അപ്പൊ നമുക്ക് നോക്കാവേ അബ്നോർമൽ സൈക്കോളജിയെ abnormal psychology deals with how it feels to be different then the meaning that get attached to be different and how society deals with people hmm it considers to be different ഒരാൾ വേറെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് എന്ത് കാരണവശാലാണെങ്കിലും ആൾ വേറിട്ട് നിൽക്കുകയാണ് അപ്പൊ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇനി അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആൻഷ്യന്റ് ആയിട്ട് വരുന്നവരിൽ കുറെ അധികം ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എക്സോർസിസം നമ്മളിപ്പോ എപ്പോഴും കേൾക്കാറുള്ള ഒരു വേർഡാണ് exorcism that means it removing the evil that resides in the individual through counter magic and prayer counter മാജിക്കിലൂടെയോ പ്രെയറിലൂടെയോ ഒരാളിലുള്ള ഇൻസൈഡിലുള്ള ഈവിളിനെ കളയുക ഇന്നും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എക്സോർസിസം കേട്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങൾ that means removing the evil that reside in the individual through counter magic and prayer ഇതിലൂടെ ആളെ പുറത്തേക്ക് ആളുടെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കളയുക ഇൻ മെനി സൊസൈറ്റീസ് ദ ക്ഷാമം S H A M A N shaman or medicine man അവരാണത് ചെയ്യുന്നത് ഈ മാജിക് ചെയ്യുന്നത് believe to have contact with supernatural forces അവർക്ക് അവരുമായിട്ട് സൂപ്പർ നാച്ചുറൽ ഫോഴ്സസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരാൾക്ക് മെന്റൽ ഡിസോർഡർ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അത് മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ ഈവിൾ ആണോ ഉള്ളത് എന്ന് പറഞ്ഞ് എക്സോർസിസം ചെയ്യാണ് അവർ ചെയ്യുന്നത് അത് ചെയ്യുന്ന ആളെ ഷാമൻ എന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ മെഡിസിൻ മാൻ എന്ന് പറയുന്നു ഈ വ്യക്തി എന്ത് ചെയ്യുന്നു ആ സൂപ്പർ നാച്ചുറൽ പവറിലുമായിട്ട് സംസാരിച്ചിട്ട് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കലായിട്ട് ബിലീവ് ചെയ്യുന്നത് ദെൻ അടുത്ത ഒരെണ്ണം വരുന്നുണ്ട് അബ്നോർമൽ ബിഹേവിയറിൽ തന്നെ body is not right working right എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഓർഗാനിക് ഡിഫക്റ്റ് വരുന്നത് ഓർഗാനിക് ഡിഫക്റ്റിലും ഇതേപോലെ തന്നെ ഇത് എങ്ങനെയാണെന്ന് അന്ന് അവർ കണ്ടുപിടിച്ചിരുന്നത് സ്കള് ഹ്യൂമൻ ബീങ്ങിന്റെ അതിന്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് പറഞ്ഞു തരാം finding of ancient skulls with holes in them that were not caused by battle or wounds അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകാം പണ്ടൊക്കെ ഈ ബാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സ്കൾസ് കിടപ്പുണ്ടാവും അപ്പൊ ആ സ്കൾസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ചില സ്കൾസില് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു മീ ഒരു സെന്റിമീറ്ററോ അങ്ങനെ ആ ടു സെന്റിമീറ്റർ വരെ ഡയാമീറ്റർ വരെ ടു സെന്റിമീറ്റേഴ്സ് ഇൻ ഡയാമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും വീതിയിൽ ഹോള് കാണുമെന്ന് സ്കള്ളില് അത് പക്ഷെ ബാറ്റിൽ കൊണ്ടൊന്നും ആയിരുന്നില്ല അതുണ്ടായിരുന്നത് ഈ അബ്നോർമൽ ബിഹേവിയർ ഉള്ളവരുടെ കള്ള് ഇവരിങ്ങനെ ഇത്രയും ഇതില് ഹോള് ചെയ്തിരുന്നു അന്നത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പറയണത് കേട്ടോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി രണ്ട് സെന്റിമീറ്റർ വരെ കള്ള് ഹോൾ ചെയ്ത് നോക്കും അത് ചിലപ്പോ അത് കല്ലുകൊണ്ടായിരിക്കാം അന്ന് ആ ഒരു സമയത്ത് കല്ല് അല്ലെങ്കിൽ ഇരുമ്പിന്റെ സാധനങ്ങൾ കൊണ്ടൊക്കെ തല തലയോട്ടി രണ്ട് സെന്റിമീറ്റർ വരെ മുറിക്കുക ഓക്കെ ആൻഷ്യൻ വേൾഡിൽ പറയുന്നതാണ് ദെൻ ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് അവര് പേഴ്സണാലിറ്റിയെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ അസുഖങ്ങളെ ഡിവൈഡ് ചെയ്തതും ഹിപ്പോക്രാറ്റ്സ് പോലുള്ളവര് നമ്മുടെ ശരീരത്തിന്റെ രൂപങ്ങളെ കണ്ടിട്ട് രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് രക്തമാണ് നമ്മളുടെ ശരീരത്തിൽ കൂടുതലുള്ള ഉള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും ആ ഒത്തിരി എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും അവര് നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും ദെൻ ഉത്സാഹശീലരായിരിക്കും എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് വന്നിട്ട് പറയുന്നത് യെല്ലോ ബയലാണ് യെല്ലോ ബയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്ലോറി കോൾറിക് എന്നുള്ളതാണ് ക്ഷിപ്രകോപികളായിരിക്കും അസ്വസ്ഥരായിരിക്കും ഈ രീതിയിൽ ഇതിന്നും കുറച്ചൊക്കെ ഇതായിട്ട് വരുന്നതാണ് കേട്ടോ ദെൻ നെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർ ഉദാസീനരായിരിക്കും എല്ലാ കാര്യത്തിലും അവർ മന്ദതയുള്ളവരായിരിക്കും എന്നുള്ളതാണ് ദെൻ ഇരുണ്ട അല്ലെങ്കിൽ ബ്ലാക്ക് ബെയില് അത് വരുന്നത് നമ്മുടെ കിഡ്നി അത് അങ്ങനെയുള്ളവര് വിഷാദശീലരായിരിക്കും അശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും രാവിലെ എഴുന്നേക്കുന്നത് തന്നെ നിരാശയോട് കൂടിയായിരിക്കും എന്തിനാണ് എന്നുള്ള ഒരു നിരാശാഭാവത്തിലായിരിക്കും അവര് വരുന്നത് അത് കഴിഞ്ഞിട്ട് ക്രഷ്മർ പോലെയുള്ളവര് നിങ്ങളുടെ ബുക്കിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവേ ക്രഷ്മർ എന്ന് പറയുന്നത് അവര് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ രൂപങ്ങൾ ആദ്യത്തേതും രൂപം തന്നെയാണ് പക്ഷെ ശരീരത്തിലെ ഫ്ലൂയിഡ് ആണ് നോക്കിയത് കേട്ടോ ഈ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന ഗാലൻ പറഞ്ഞതാണ് ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞത് അതേസമയത്ത് ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത് രക്തപ്രകൃതി ഉള്ളവർക്ക് അവര് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും പക്ഷെ അസ്ഥിരരായിരിക്കും ദുർബല മനസ്സായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദെൻ ദെൻ വാദപ്രകൃതിയും പിത്തപ്രകൃതിയാണ് പറഞ്ഞിരിക്കുന്നത് പിത്തപ്രകൃതിയുള്ളവരാണെങ്കിൽ വേഗത കൂടിയവരും തീവ്രതയുള്ളവരും മുൻകോപക്കാരും ആയിരിക്കുന്നേ വാദപ്രകൃതിയുള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും അലസത ദുഃഖഭാവം എന്നുള്ളവരായിരിക്കും കഫപ്രകൃതിയാണെങ്കിൽ അലസത മന്ദത അപ്പൊ ഈ ഗാലന്റെയും ഹിപ്പോക്രാറ്റ്സിന്റെയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ രണ്ടുപേരും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ പറയണം കേട്ടോ അപ്പൊ ഇവര് ആ ഒരു ഇത് വന്നിട്ട് പേഴ്സണാലിറ്റിയിലേക്ക് വേറെ രീതി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സൈക്കോ പാത്തോളജിയുമായിട്ട് ഇതിന് ഒരുപാട് ഒരുപാട് ഇതുണ്ട് ഇപ്പോഴാണെങ്കിലും വാദവും പിത്തും കപവും ഒക്കെ നമുക്കറിയാം നമ്മുടെ ആ എന്താ പറയാ ആർഷഭാരത സംസ്കാരത്തിലും ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത് ഗ്രീക്കില് ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത് ബ്ലഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പിത്തപ്രകൃതി വാദപ്രകൃതി കഫം അങ്ങനെയാണ് പറഞ്ഞത് വാദവിത്ത കഫം അതിന്റെ കൂടെ ബ്ലഡും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഈ നാലെണ്ണം ഇതിപ്പോഴും നമ്മുടെ ആയുർവേദത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിക്കൊള്ളുക അതിന്റെ ആ ഒരു രീതിയിലുള്ളത് ദെൻ ഗാലൻ പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് നാല് ഫ്ലൂയിഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വാദവും പിത്തവും കഫവും വന്നു ഹിപ്പോക്രാറ്റ്സിന്റെ അത് തന്നെ നമ്മുടെ ആർഷഭാരതത്തിലും വന്നു ദെൻ ഗാലൻ പറഞ്ഞിരിക്കുന്നത് നാല് ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ഷെൽഡനും കൃഷ്ണനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ പ്രകൃതി കണ്ടിട്ടാണ് ദാറ്റ് മീൻസ് um, അവര് ഇപ്പം എന്താ പറയാ ദുർബല ശരീരമുള്ള ഒരാളാണെങ്കിൽ വിഷാദഭാവമായിരിക്കും എല്ലാത്തിൽ നിന്നും പുറകിലേക്ക് പിൻവാങ്ങുന്ന വ്യക്തിയായിരിക്കും ദെൻ ഉയരം കുറഞ്ഞിട്ട് തടിച്ചിട്ടുള്ള ഗോളാകൃതിയിലൊക്കെ ഉള്ള ആൾക്കാരില്ലേ അവരാണെങ്കിൽ സന്തോഷമുള്ളവരായിരിക്കും എപ്പോഴും സംസാരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവരെ ദെൻ അത്ലറ്റിക് ഒരു നല്ല ഉറച്ച ശരീരമുള്ളവരാണെങ്കിൽ അവർ പ്രശ്നങ്ങളോടൊപ്പം പൊരുതി നിൽക്കുന്നവരുമാണ് ഏതൊരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ഇതേ രീതിയിൽ തന്നെയാണ് ഇത് കൃഷ്ണർ പറഞ്ഞത് ഇതേ രീതിയിൽ തന്നെയാണ് ഷെൽഡനും പറഞ്ഞിരിക്കുന്നത് അതായത് എൻഡോമോർഫി മെസോമോർഫി എക്ടോമോർഫി കഴിഞ്ഞ വർഷം ജീനാമയം പഠിപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെ എൻഡോമോർഫി ആണെങ്കിൽ അവര് എന്താ പറയാ ശാരീരിക സൗഖ്യം സ്നേഹസമ്പന്നരായിരിക്കും സാമൂഹ്യ ഇടപെടലിലെ ശേഷിയുള്ളവരായിരിക്കും ദെൻ മെസോമോർഫി ആയിട്ടുള്ളവരാണെങ്കിൽ അവര് ഊർജസ്വലരായിരിക്കും എപ്പോഴും മോട്ടിവേറ്റിംഗ് ആഗ്രഹം ഒരുപാട് ആഗ്രഹങ്ങൾ വെക്കുന്നവരായിരിക്കും ദെൻ എക്ടോമോർഫി എക്ടോമോർഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൊക്കമൊക്കെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും അവരാണെങ്കിൽ മസ് നമ്മുടെ എന്താണ് കോഗ്നറ്റീവ് ലെവലിലായിരിക്കും അവരെപ്പോഴും അവരെപ്പോഴും എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ തോട്ട്ഫുൾ ആണ് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കും ചിന്തിച്ചു നോക്കും ഇത് വേണോ വേണ്ടയോ എന്ന് ആ രീതിയിലുള്ളവരായിരിക്കും ദെൻ സ്പാങ്ങർ പറയുന്നുണ്ട് സ്ട്രാങ്ങർ കേട്ടോ ആള് പറയുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ളവരുണ്ട് അതായത് ബുദ്ധിപരമായ കാര്യങ്ങളിലും പ്രായോഗികവാദികളുമായിട്ടുള്ള ആൾക്കാർ ദെൻ ചിലര് പിന്നെ നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഓർ ഐസ്തറ്റിക് ആണ് എക്കണോമിക് ആ ആ ഒരു മോട്ടീവ്സോട് കൂടി മാത്രം കഴിയുന്നവർ ദെൻ ചിലർ സോഷ്യൽ സോഷ്യൽ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായിട്ട് ദെൻ സൗന്ദര്യാസ്വാദനം ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്തറ്റിക് കലാ സൗന്ദര്യം ഇതേക്കുറിച്ചുള്ള വലിയ താല്പര്യമായിട്ടുള്ളവര് ദെൻ ചിലർ രാഷ്ട്രീയപരമായിട്ടുള്ളവരുണ്ട് ചിലർ റിലീജിയസ് ദെൻ നമ്മുടെ ആയുർവേദത്തെ പറയുമ്പം ആദ്യം ഓർത്തിരിക്കുക ഹിപ്പോക്രാറ്റ്സിന്റെ പോലെ തന്നെയാണ് നമ്മുടെ ആയുർവേദത്തിലും വരുന്നത് എന്നുള്ളത് മാജിക്കൽ സ്പിരിറ്റ്സ് ഒക്കെ കാണിക്കുന്നതാണ് പിന്നെ മൂൺ ആൻഡ് സ്റ്റാർട്സ് ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് അല്ലെ മൂൺ ആൻഡ് സ്റ്റാർസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ഒരു അതുകൊണ്ട് ഞങ്ങളുടെ പാലക്കാടൊക്കെയാണ് കൂടുതലും ചുവാദോഷമാണ് നിൽക്കുക എന്ന് പറയുന്നത് അവിടെ നിന്നൊന്നും അതിന്റെ ഒരു പ്രഭാവം കൊണ്ട് ദാറ്റ് മീൻസ് നമ്മൾ പറയല്ലേ വാവടുക്കുമ്പോൾ അസുഖം കൂടുന്നു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ രീതിയിലുള്ളത് കേട്ടോ ദെൻ മാസ് ഹിസ്റ്റീരിയ വരുന്നതുണ്ട് കേട്ടോ ഈ മാസ് ഹിസ്റ്റീരിയ വരുന്നത് കൾച്ചറും പോവർട്ടിയും അതുകൊണ്ട് വരുന്നതാണ് കാരണം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ദറ്റ് മീൻസ് ഏരിയയിൽ വരാം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫാമിലിയിൽ ഇപ്പോൾ ഒത്തിരി പോവർട്ടി ഉള്ളിടത്താണെങ്കിൽ ഇതേപോലെ ഉള്ള ഒരു അസുഖങ്ങൾ വരാം ദെൻ എയർ റൗണ്ട് കറങ്ങുന്നിടം ഉണ്ടാവും ചുറ്റും മലയാളിൽ ചുറ്റപ്പെട്ടതിന്റെ താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ എയർ ചുറ്റി കറങ്ങുന്നിടം ഉണ്ടെങ്കിൽ നമ്മൾ പറയല്ലേ വീടിനുള്ളിലൊന്നും എയർ ചുറ്റി കറങ്ങാൻ പാടില്ല അതേപോലെ ഏറെ അങ്ങനെ വന്നാലും എന്ത് വരുന്നുണ്ട് ഒരു മെന്റൽ ഡിസോർഡറിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏർലി ഇത് ഇത് പറഞ്ഞു ഹിപ്പോക്രാറ്റ്സ് ആൻഡ് ഗാലൻ ഞാൻ പറഞ്ഞു നയൻറ്റീൻ സെഞ്ചുറി ഗ്രേ ആൻഡ് കർപ്പിൻ നോക്കട്ടെ എന്താ അവർ പറഞ്ഞിരിക്കുന്നേ പറഞ്ഞു മോളെ മാം പോവർട്ടിയുമായിട്ട് ഇതിന് ശരിക്കും റിലേഷൻ ഉണ്ടോ അതോ ഇനി പോവർട്ടി ആയതുകൊണ്ട് അവർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് വരുന്നതാണോ എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് മാത്രമല്ല മോളെ പോവർട്ടി ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് കാരണം നമ്മുടെ സൈക്കോളജിയിൽ പകുതി ഹെറിഡിറ്ററിയും പകുതി എൻവയോൺമെന്റിലുമാണ് പോവർട്ടി പലപ്പോഴും നമ്മൾ അത് ആപ്ലിക്കബിൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ പോവർട്ടി പലപ്പോഴും എഡ്യൂക്കേഷൻ മാത്രമല്ല പോവർട്ടി പലപ്പോഴും സൈക്കോളജിക്കൽ പോവർട്ടി ഇമോഷണൽ സ്ട്രെസ് വരുന്നത് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ തന്നെ ആവാം എക്സാമ്പിൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്രശ്നമാക്കല്ലേ ഞാനിപ്പോ ഒരു ഹൈ ഫാമിലിന്ന് വന്നു എന്നിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കുറേ അധികം എക്സ്പെക്ടേഷൻസ് വെച്ച് നോക്കുക എന്നിട്ട് അവിടെ വന്നു കഴിയുമ്പോൾ കുറേ അധികം പ്രോബ്ലംസും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതൊക്കെയാണ് വന്നിരിക്കുന്നത് അത് ഒരു ദിവസം അങ്ങനെയാണ് വന്നിരിക്കുന്നത് നോട്ട് എന്നിട്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല അത് വന്നിട്ട് കുറെ ഒരു അഞ്ചു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എന്താകും എന്റെ എൻവയൺമെന്റ് എന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും ആക്ച്വലി ഞാൻ ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള വ്യക്തിയായിരുന്നു പക്ഷെ എന്ത് പറ്റി എന്റെ എൻവയോൺമെന്റ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ് പക്ഷെ എനിക്ക് കറക്റ്റ് സമയത്തിന് മദർ മദറിനോ ഫുഡ് തരാതിരുന്നു എനിക്ക് കഴിക്കാൻ സമ്മതിച്ചില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ ചെന്ന് വെക്കും ഇത് സാധാരണ സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ് ഡിപ്രഷനിലേക്ക് പോകുന്നു ഡിസോർഡറിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെയും വരുന്നുണ്ട് അപ്പം ഫിഫ്റ്റി പേഴ്സൻറ്റേജ് നമുക്ക് എവിടെ നിന്ന് വരുന്നുണ്ട് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും ഫിഫ്റ്റി പെർസെന്റേജ് നമ്മുടെ ഹെറിഡിറ്ററിയിൽ നിന്നും ഇതിൽ എൻവയോൺമെന്റിൽ നിന്ന് വന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ എൻവയോൺമെന്റ് മാറുമ്പം നമുക്കത് മാറ്റാൻ പറ്റുന്നത് കേട്ടോ മനസ്സിലായില്ലേ താങ്ക് യു ആ മനസ്സിലായി എയർലി സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഇവിടെ തൊട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങും സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചാണ് ആദ്യം കേട്ടോ ഞാൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നാളത്തെ ക്ലാസ്സിൽ എടുക്കും കാരണം എൻ്റെ കയ്യിൽ ഇന്നാ നിങ്ങളുടെ ബുക്ക് കൈ കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്ന ഒരു വ്യക്തി സൈക്കോളജിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നതും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികൾ ഉണ്ടാവുമല്ലേ നിങ്ങളുടെ കുട്ടി തന്നെ കാണുമല്ലേ യെസ് ആള് പറയുന്നത് human cycle consist of id ego and super ego id ego and super ego ഇത് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈദ് എന്ന് പറഞ്ഞാൽ ഒരു ആനിമൽ ഫോഴ്സ് ആണ് മനുഷ്യന്റെ അഗ്രസീവ് നേച്ചർ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഈദ് ഉള്ളതുകൊണ്ടാണ് എല്ലാ മനുഷ്യരിലും ഈദ് ഉണ്ട് അത് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു എന്നുള്ളതാണ് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇറ്റ്സ് കൺട്രോളിങ് ഫോഴ്സ് ആണ് ദെൻ സൂപ്പർ ഈഗോ ഒരു മോറൽ ഫോഴ്സും ആണ് അപ്പൊ ഈ മൂന്ന് ഫോഴ്സും എല്ലാ എല്ലാ ഇൻഡിവിജ്വലിലും ഉണ്ട് ഒരാളിൽ നിന്നല്ല എല്ലാവരിലുമുണ്ട് id ego and super ego ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ് കാരണം കുട്ടികൾക്കൊന്നും മോറലായിട്ട് ഇല്ല ചെറിയ കുട്ടികളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഹോൾബർഗിന്റെ പറഞ്ഞു ഇയാളുടെ പറഞ്ഞിരുന്നു ആരുടെ ആയിരുന്നു പേര് മറന്നുപോയി മോറൽ സ്റ്റേജ് കോൾബർഗ് തന്നെ മോ കോൾബർഗിന്റെ അതേപോലെ മോറൽ സ്റ്റേജ് കുട്ടികൾക്കില്ല അവരുടെ ആ ചെറുപ്പകാലങ്ങളിൽ അവർക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് ഈദാണ് ഈ ഈദ് ഈദ് എല്ലാ വ്യക്തികളിലും ഉണ്ട് animal force that means human ബീങ്ങിന് സിഗ്മൺ ഫ്രോയിഡ് കൂടുതലും സെക്സ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലഷർ എന്ന മീനിങ്ങിലാണ് എങ്കിൽ പോലും അതിന് എല്ലാം ആള് സെക്സുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എല്ലാ വ്യക്തികളിലും ഉണ്ട് അത് അതൊരു ജനറ്റിക് ആയിട്ട് മനുഷ്യനിൽ വന്നിരിക്കുന്നതാണ് നമുക്ക് പച്ചമായിട്ട് പറയുകയാണെങ്കിൽ അത് ജനറ്റിക് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഓരോ വ്യക്തികളിലുമുണ്ട് ദെൻ അത് ചെറിയ കുട്ടികൾ മുതലുണ്ട് എന്നുള്ളതാണ് സിഗ്മൺ ഫ്രോയിഡ് പറയുന്നത് നമുക്കത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെ കോൾബർഗിന്റെ ആ മോറൽ ഡെവലപ്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ എല്ലാം പ്ലഷർ സേക്കിങ്ങിലേക്ക് പോകും അതുകൊണ്ടാണ് അവിടെ സെക്സ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നില്ല കുട്ടികളില്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പം നമ്മള് എന്താ പറയാ പള്ളിയോ അമ്പലമോ അങ്ങനെയുള്ളതൊന്നും അല്ല പറയുന്നത് തെറ്റ് ശരി എന്നുള്ള ഒരു മൊറാലിറ്റിയാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തെറ്റ് ശരി എന്നുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ കുട്ടികളെ തെറ്റാണ് ശരിയാണെന്ന് മാനേഴ്സ് കസ്റ്റംസ് എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ ഈ മോറൽ എന്നതുകൊണ്ട് മോർസ് എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ മാനേഴ്സ് കസ്റ്റംസ് അപ്പൊ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മളെ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് എങ്കിൽ അവർക്ക് എന്തില്ല മോറൽ ഡെവലപ്മെന്റ് നടന്നില്ല അപ്പൊ അവിടെ ഏത് ഫാക്ടറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് താങ്ക് യു ഏതാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഈദാണ് അപ്പൊ ഈദ് അവിടെ നിൽക്കാനുണ്ടായ കാരണം ബേസിക്കലി ഇങ്ങനെയൊന്ന് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് കിട്ടാതെ വന്നത് കൊണ്ടാണ് കുറെ കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇനിയൊന്ന് നമുക്കൊന്ന് പോയി നോക്കാവേ എങ്ങോട്ടാണെന്നറിയാവോ ഈ ചുവന്ന തെരുവില് അവിടെ വളരുന്ന കുട്ടികൾ കണ്ടു വളരുന്നത് എന്താണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകല്ല കേട്ടോ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല അങ്ങനെയുള്ളിടത്ത് വളരുന്ന കുട്ടികള് അവര് ചെറുപ്പം മുതലേ ഇതൊന്നും തെറ്റല്ല അപ്പൊ ഒന്നും നമ്മൾ നമ്മുടെ കുട്ടികളെ കുറെ കാര്യങ്ങള് മൊറാലിറ്റിയിൽ വളർത്തുന്നുണ്ട് അവിടെ അത് നടക്കണില്ല അതുകൊണ്ടാണ് അതെല്ലാം പ്ലഷർ സീക്കിംഗ് ആയിട്ട് പോകുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ദെൻ ഈഗോ എന്തുകൊണ്ടാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ ശരിയാണ് എന്ന് രീതിയിൽ നമുക്ക് അവിടെ ബൗണ്ടറി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു മോറൽ ഡെവലപ്മെന്റ് നടക്കുന്നത് നാല് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടങ്ങളിലാണ് അത് പനിഷ്മെന്റ് കിട്ടുന്നത് കൊണ്ടും അതേപോലെ തന്നെ റിവാർഡ് കിട്ടുന്നത് കൊണ്ടുമാണ് നമ്മൾ അവിടെ വെക്കുന്നത് അപ്പൊ അവിടെ എന്ത് വന്നു ഈദ് വന്നു ഈദിന്റെ അടുത്ത് ഈഗോ വന്നു എങ്ങനെ ഈഗോ വന്നു അത് ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് വേർതിരിച്ചറിയാവുന്ന രീതിയിലേക്ക് വന്നു ഓക്കെ കിട്ടുന്നു ദെൻ സൂപ്പർ ഈഗോ അടുത്തത് വന്നിട്ട് സൂപ്പർ ഈഗോയാണ് സൂപ്പർ ഈഗോ ആണ് മൊറാലിറ്റിയിലേക്ക് വരുന്നത് മറ്റേത് നമ്മൾ പനിഷ്മെന്റ് കൊണ്ടൊക്കെ പഠിച്ചു പോയതാണ് ഇനി ഇത് രണ്ടിനും ഫ്ലെക്സിബിൾ ആയിട്ട് ചില സമയത്ത് ഈ സൂപ്പർ ഈഗോ നിൽക്കുവേ നിങ്ങളുടെ ബുക്കിനകത്തോണ്ടാണ് ഈ സൂപ്പർ ഈഗോ ഈ strong we see pure rigid and കാണുന്നുണ്ടോ non flexible individual super ego is store house of moral and ethical standards കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില സമയത്ത് സൂപ്പർ ഈഗോ ഉണ്ടല്ലോ ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്ട് ചെയ്യും ബുക്കിനകത്ത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇതൊന്നുവേ പ്രാക്ടിക്കൽ ലൈഫാണ് സൂപ്പർ ഈഗോ ചില സമയത്ത് ഇൻഡിവിജ്വലിനെ വല്ലാതെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും എങ്ങനെയാണെന്നറിയാവോ എനിക്കറിയാം എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറെ അധികം എമൗണ്ട് കിടപ്പുണ്ട് ചേച്ചി എന്നെ കൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും അപ്പൊ ഞാൻ എന്ത് ചെയ്തു എനിക്കറിയാം ഇത് വേറെ ആരും അറിയാൻ പോണില്ല ഞാൻ ഈ അക്കൗണ്ടിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്നോട് ഈഗോ എന്ത് പറഞ്ഞു സൊസൈറ്റി ഒന്നും അറിയില്ല ആരും അറിയില്ല അതുകൊണ്ട് നീ ചെയ്തോളൂ അപ്പൊ സൂപ്പർ ഈഗോ ആരെ പ്രൊട്ടക്ട് ചെയ്തു ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലായ്പ്പോഴും സൂപ്പർ ഈഗോ ഒക്കെയാണ് പക്ഷെ ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതേ സൂപ്പർ ഈഗോ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഒത്തിരി നല്ല പോസ്റ്റിലിരിക്കുന്ന ആള് നമ്മളുടെ ആ ഒരു പകൽമാന്യരെന്ന് പറയില്ലേ യെസ് ആ രീതിയിൽ പോകുന്നത് കേട്ടോ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഈഗോ സൂപ്പർ ഈഗോ ഈതെന്ന് പറഞ്ഞാൽ ആനിമൽ ഫോഴ്സ് ആണ് അതും എല്ലാ വ്യക്തികളിലും ഉണ്ട് കേട്ടോ ദെൻ ഈഗോ എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടിനെ കൺട്രോളിങ് ഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നു ദെൻ സൂപ്പർ ഈഗോ അത് മൊറൽ ഫോഴ്സ് ആണ് ഓക്കെ ദെൻ ഇനി അടുത്തത് വന്നിട്ട് ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് പറയുന്നുണ്ട് മൂന്ന് ലെയേഴ്സ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കോൺഷ്യസ് മൈൻഡ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ pre conscious mind and unconscious mind മൂന്ന് പാർട്ടായിട്ട് നമ്മളിതിനെ ഇങ്ങനെ വിഭജിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഈ മനസ്സിനെ വ്യഭിചിച്ചു കഴിയുമ്പോ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഓടി പോകുന്നുണ്ട് അവക്ക് ഇതില്ലെന്ന് തോന്നുന്നല്ലേ എന്താണ് റോസലി പോയി റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു ഓക്കെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ആ മൂന്നായിട്ട് തരം ആദ്യം നമ്മള് മൂന്നായിട്ട് വേറെ തരം തിരിച്ചിരുന്നു ഈ ഗീത ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് ലെവൽസ് എന്ന് പറയുന്നത് conscious mind pre conscious mind and unconscious mind conscious mind എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു മൂന്ന് തട്ടായിട്ട് നമ്മുടെ മനസ്സിനെ തിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത് അതിനെ നമ്മൾ ചിലപ്പം കടലിനോട് ഉപമിക്കാറുണ്ട് കടലിനോട് ഉപമിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുക കടലിന്റെ മുമ്പിൽ പോയിട്ട് അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലുള്ള ലെയർ ദാറ്റ് മീൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ തിരമാലകൾ ഉയരുന്നത് അത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ശരിയല്ലേ അതിനെയാണ് കോൺഷ്യസ് എന്ന് പറയുന്നത് next sub conscious sub conscious അതിനും കുറച്ചുകൂടി താഴേക്ക് അതിനകത്ത് കുറെ അധികം മീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിന് അടിയിലേക്ക് ചെല്ലുമ്പോഴേ അതവിടെ ഉണ്ട് അത് ചലനാത്മകമായിട്ട് അവിടെ ഉണ്ട് ദെൻ അൺകോൺഷ്യസ് മൈൻഡ് അത് ഒരുപാട് ഉള്ളിലേക്ക് അങ്ങ് അടിയിലേക്ക് പോണം വലയിട്ട് പിടിക്കാനൊന്നും പറ്റില്ല അൺകോൺഷ്യസ് അവിടെ എന്താണ് അവിടെ അവിടെ നമുക്ക് എന്താ പറയുക ഇറ്റ്സ് നോട്ട് ഈസിലി റീച്ചബിൾ എന്നാണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് അകത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സൊരാണ് അതേപോലെ അവിടെ ചിലപ്പോൾ കുറേ പെറ്റൽസ് ഉണ്ടാകാം ചിലപ്പോൾ കുറേ അയലുകൾ കിടപ്പുണ്ടാവാം ചിലപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഈ പായലിനടിയിൽ മൂടി കിടപ്പുണ്ടാവാം ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത അധികം കാര്യങ്ങൾ ഇതിനുള്ളിലേക്ക് നമ്മൾ മാറ്റിയിടുന്നുണ്ട് ഉള്ളിലേക്ക് മാറി മാറി വെക്കുകയാണ് ഇനി ഒരു ഉദാഹരണം പറയാവേനെ ഇപ്പൊ ഒരു ഉദാഹരണം മാത്രം പറയാവേ അത് കഴിഞ്ഞിട്ട് ഡിഫൻസ് പറയുമ്പോൾ ബാക്കി പറയാം ചെറുപ്പത്തിലുണ്ടായ കുറേ അധികം വേദനകളും വിഷമങ്ങളും ആരോടും പറയാൻ പറ്റാത്തതായ കുറേ കാര്യങ്ങളും ഒരു അഞ്ചു വയസ്സിനും പതിനഞ്ചു വയസ്സിനും മുകളിലുള്ള ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു വീട്ടിലെ ദാരിദ്ര്യം ഉണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും മിസ്യൂസ് ചെയ്തുണ്ടാവാം അല്ലെങ്കിൽ കീറി പിടിച്ചതുണ്ടാവാം ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അന്ന് അതിനെക്കുറിച്ച് അറിവൊന്നുമില്ല അതിനെയൊക്കെ ഇങ്ങനെ സാറേ ആരോടും പറയാനുമില്ല അങ്ങനെ അങ്ങ് പോവുകയാണെ അത് മുഴുവൻ എവിടെ കിടക്കുന്നുണ്ട് അൺകോൺഷ്യസ് മൈൻഡിലോട്ട് വിടുന്നുണ്ട് അതൊരിക്കലും പുറത്തേക്ക് എടുക്കാനേ ആഗ്രഹിക്കുന്നില്ല അതവിടെ വെച്ചേക്കാണ് കേട്ടോ കുറെ നേരം അതവിടെ വെച്ചേ അപ്പൊ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു ആ എന്താണ് conscious mind unconscious okay next stages of psychosexual development ആണ് സ്റ്റേജസ് ഓഫ് സൈക്കോസെക്സൽ ഡെവലപ്മെന്റില് ഇദ്ദേഹം മാത്രമേ ഈ സൈക്കോസെക്സ്വൽ എന്ന് പറയുന്നുള്ളൂ സെക്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലഷർ എന്നാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുകയാണ് അതിന് നിങ്ങൾ ഒരിക്കലും ഒരു സെക്സൽ ഇന്റർകോഴ്സ് എന്നുള്ളൊരു മീനിങ് ഒരിക്കലും എടുക്കരുത് സെക്സ് മീൻസ് പ്ലഷർ എന്നൊരു മീനിങ് നമുക്ക് സന്തോഷം കിട്ടുന്ന എന്താണോ അതൊക്കെ അതിനെല്ലാമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ആള് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ലിബിഡോ എന്നൊരു വേർഡ് കൊടുത്തിട്ടുണ്ട് ലിബിഡോയും ഉണ്ട് ലിബിഡോയുമുണ്ട് ഉണ്ട് സെക്സൽ ഇൻസ്റ്റിങ്റ്റിനാണ് ലിബിഡോ എന്ന് പറയുന്നത് എല്ലാ എല്ലാ ജീവജാലങ്ങളിലും ഒരു സെക്സൽ എനർജി ഉണ്ട് പക്ഷെ ഈ സെക്സ്വൽ എനർജി ആനിമൽസിലൊക്കെ അവർ അതാത് സമയങ്ങളിൽ അവർ ഫിൽഫിൽ ചെയ്യുന്നു പക്ഷെ ഹ്യൂമൻ ബീയിങ്ങിന് ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണോ സെക്സ്വൽ എനർജി തോന്നുന്നത് അപ്പോഴൊന്നും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഈ സെക്സ്വൽ എനർജിയെ മനുഷ്യൻ മറ്റൊന്നിലേക്ക് മാറ്റിവിടുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റെന്തിനായിട്ടെങ്കിലും ആ ഒരു എനർജി വരുമ്പോഴെല്ലാം പറ്റുന്ന അവസ്ഥയല്ല ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരാളെ കണ്ടു അയ്യോ അയാളോട് ഭയങ്കര ഇഷ്ടം തോന്നി ആ സെക്സ് റിലേഷൻഷിപ്പിന് തോന്നി എന്ന് വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ദാറ്റ് മീൻസ് നമുക്ക് നല്ല ബുദ്ധിയുള്ളവരാണ് നമ്മൾ നമ്മൾക്ക് അതിനുള്ള ഒരു സമയമുണ്ട് ഇതിനെല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതിന് വേണ്ടിയിട്ട് ആ എനർജിയെ മറ്റൊന്നിലേക്ക് തിരിച്ചുവിടുന്നു അങ്ങനെ പല രീതിയിൽ തിരിച്ചുവിടുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാം എങ്ങനെയാ ഡൈവേർട്ട് ചെയ്യുന്നത് മാം ഇത് അല്ല സന്തോഷം എഴുതി ആ ചിലപ്പോ നമ്മള് സെക്സ്വൽ വീഡിയോസ് കാണുന്നവരുണ്ടാവും അങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നവരുണ്ടാവും വേറെ ചിലര് വേറെ എന്തെങ്കിലും വർക്ക് ഹോളിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അതിലേക്ക് അവർ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നവരുണ്ടാവും ദെൻ ചിലർ ചിലപ്പം പ്രഷർ കണ്ടെത്തുന്നത് ലേഡീസ് ഒക്കെ ആണെങ്കിൽ കിച്ചണിൽ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കുക വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ദെൻ ഞാൻ എല്ലാ ഓരോ ഇതൊന്നും എല്ലാവരിലും ആപ്ലിക്കബിൾ അല്ല ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും പിന്നെ ചില വ്യക്തികളെ നമുക്ക് കാണാം അവർ വളരെ ഇതായിട്ട് അവരുടെ ശരീരമൊക്കെ കാണിച്ചു നടക്കുന്നവരുണ്ടാവും കാണിച്ചു നടക്കുന്ന മീൻസ് എക്സ്പ്രസ് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അവർ അതിലായിരിക്കും ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത് അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് ഓരോന്നും വ്യത്യസ്തമായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും വിചാരിക്കും ഞാൻ അങ്ങനെയല്ലല്ലോ എനിക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കാനില്ല ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് വരും ഓരോരുത്തരും ആ എനർജിയെ എങ്ങനെ വിടുന്നു എന്നുള്ളത് അത് ലിബിഡോ സെക്സൽ എനർജിയെ വിടുന്നത് ദെൻ വേറൊന്നുണ്ട് കഥാറിസിസ് കഥാറിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അല്ലാതൊരു എനർജിയും കൂടി ഉണ്ട് ഫീലിങ്സ് ഇമോഷണൽ റിലീസ് എന്ന് പറയാം കത്താറിസിസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റിലീസ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇത് വേറെ കേട്ടോ ലിബിഡോ വേറെ കത്താറിസിസ് വേറെ ദെൻ ഈ കത്താറിസിസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇപ്പൊ വൈകുന്നേരം മോള് വരാൻ കുറച്ച് താമസിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ അത്രയും നേരം അവളെ നോക്കി നിൽക്കുമായിരുന്നു നല്ല മഴയായിരുന്നു എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചാ നോക്കി നിൽക്കുന്ന അവള് വരുന്നത് പത്ത് പതിനേഴ് വയസ്സായ പെൺകുട്ടിയാണ് സമയത്ത് വീട്ടിൽ കയറി വന്നില്ല അപ്പൊ വരുമ്പം ഒരു മലയാളി അമ്മ എന്ന നിലയിൽ ഞാൻ എന്ത് കാണിക്കുമെന്ന് അറിയാവോ വന്നതേ നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കും ആക്ച്വലി ഈ കുട്ടി മഴ പെയ്തിട്ട് എവിടെയോ കയറി നിന്നു എന്നിട്ട് കുടയില്ലായിരുന്നു താമസിച്ചു വന്നതാണ് അപ്പൊ ഇത്രയും നേരം ഈ പ്രാർത്ഥിച്ച ദൈവങ്ങളെ എല്ലാം വിളിച്ചിരുന്ന ഞാൻ കയറി വരുമ്പോ എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു അവൾ ആ ബാഗ് ഏറും വെച്ച് കൊടുത്തേച്ച് അവൾ അവളുടെ റൂമിലേക്ക് പോയി ഭയങ്കര ശക്തമായിട്ട് വാതിലങ്ങ് അടച്ചു എന്നിട്ട് ഭയങ്കര ഒച്ചയിലും മ്യൂസിക് ഇട്ടു ഒരു അരമണിക്കൂർ അവിടെ നിന്ന് ആ മ്യൂസിക്കും എല്ലാം കേട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും തിരിച്ചു വന്നു അമ്മ ചായ അപ്പൊ അവിടെ ഒരു ഇമോഷണൽ റിലീസ് നടന്നു അതിനാണ് കഥാറിസിസ് എന്ന് പറയുന്നത് മനസ്സിലായോ നെക്സ്റ്റ് ഇനിയും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുകൂടി പറയാം ഇതിനകത്തുണ്ടോന്ന് എനിക്കറിയില്ല കാണുന്നു ആള് പറഞ്ഞിരിക്കുന്നത് ഇതറിയണം നിങ്ങൾ പാത്തോളജി പഠിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് കേട്ടോ ഡെത്ത് ഇൻസ്റ്റിങ്റ്റും ദെൻ ലൈഫ് ഇൻസ്റ്റിങ്റ്റും ഉണ്ട് ഡെത്ത് ഇൻസ്റ്റിങ്റ്റും ലൈഫ് ഇൻസ്റ്റിങ്റ്റും ഏതോ ഒരു മൂവിയിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡെത്ത് ഇൻസ്റ്റിങ്റ്റും ലൈഫ് ഇൻസ്റ്റിങ്റ്റും അതിനൊരു പേരുണ്ട് ഇറോസും നോക്കിയിട്ട് പറയാം എനിവേ ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ഓരോ മനുഷ്യന്റെ ആ താനോസ് താനറ്റോസ് താനറ്റോസ് റോസ് ഓക്കെ താങ്ക് യു താനറ്റോസ് റോസും കേട്ടോ ഡെത്ത് ഇൻസ്റ്റിങ്റ്റും ലൈഫ് ഇൻസ്റ്റിങ്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ഉള്ള വ്യക്തികളെ എപ്പോഴും നിരാശയുള്ളവരായിരിക്കും അവരെപ്പോഴും ജീവിതത്തിനെ കാണുന്നത് തന്നെ അത് അവരിലുള്ളതാണ് ആ ഇത് ഇവിടെ വരുമ്പോൾ നമ്മളൊന്ന് ലിങ്ക് ചെയ്യണം എങ്ങോട്ട് അവരില് കിഡ്നിന്ന് വരുന്ന ബ്ലാക്ക് ബെയിൽ ആയിരിക്കും കൂടുതൽ അപ്പൊ അവരിലെ ഡെത്ത് ഇൻസ്റ്റിങ് ആയിരിക്കും കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നവരായിരിക്കും ഇതിങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കും കേട്ടോ അപ്പം ആ ടൈപ്പ് തിയറിയിൽ പറയുന്നത് പോലെ തന്നെ മനുഷ്യന്റെ കാണുന്നതിൽ തന്നെ അവരിൽ അപ്പം ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് കൂടുതൽ ഉണ്ടാവും അവരെപ്പോഴും ഏതൊരു കാര്യത്തെയും നെഗറ്റീവായിട്ട് മാത്രമായിരിക്കും കാണുന്നത് അവർക്ക് എപ്പോഴും നിരാശയായിരിക്കും ദെൻ ലൈഫ് ഇൻസ്റ്റിങ്റ്റ് ഉള്ളവർ അവരെന്തെല്ലാം സംഭവിച്ചാലും ഈ പൂച്ചയെ മുകളിലിട്ടിട്ട് കഴിഞ്ഞാൽ അത് നാല് കാലിൽ തന്നെ താഴേക്ക് വീഴുന്ന പറഞ്ഞ പോലെ ജീവിതത്തിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അവരിൽ കൂടുതലായിട്ടുള്ളത് ബ്ലഡ് ആയിരിക്കും അവരെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണേണ്ടത് ബ്ലഡുമാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകണേ അപ്പം ഈ രീതിയിൽ പോകുന്നവർ കേട്ടോ അപ്പൊ ഡെത്ത് ഇൻസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു ലൈഫ് ഇൻസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദെൻ മനുഷ്യ മനുഷ്യ മനസ്സിന്റെ മൂന്ന് സ്ട്രക്ചർ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഡൈനാമിക്സും പറഞ്ഞിട്ടുണ്ട് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ conscious mind pre conscious mind and unconscious mind structure എന്ന് പറയുമ്പോൾ മീതി ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ഈ രീതിയിൽ കേട്ടോ കിട്ടിയെന്ന് വിചാരിക്കുന്നു ദെൻ അത് കഴിഞ്ഞിട്ട് സിംഗ്മൺ ഫ്രോയിഡ് പറയുന്നത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് കഴിഞ്ഞ വർഷം പഠിച്ചെങ്കിലും അത് കുറച്ചുകൂടി ഒന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ആ രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലെ oral stage first stage oral stage ആണ് ഉണ്ടായി ഒരു രണ്ട് വർഷത്തേക്കുള്ളത് ഈ ഓറൽ സ്റ്റേജിന്റെ കാലഘട്ടത്തിൽ അവര് എന്തൊക്കെയാ പഠിക്കുന്നത് ആ എന്ത് കിട്ടിയാലും വായിലേക്ക് വെക്കുന്നു അപ്പൊ ആ വായുമായി ബന്ധപ്പെട്ടതാണ് അത് ആ ഒരു സമയത്ത് എന്താ പറയാ വിരല് കടിക്കുക പെൻസിൽ കടിക്കുക പേപ്പർ കടിക്കുക ഇതെല്ലാം നിങ്ങളുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് അവസാനം നിങ്ങളുടെ ബുക്കിനകത്ത് ആ ഓറൽ സ്റ്റേജിൽ ഫിക്സേഷൻ കൊടുത്തിരിക്കുന്നത് സ്മോക്കിംഗ് സിഗരറ്റ്സ് എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുക്കാതെ വളർത്തിയാൽ അവര് ഇനഫ് ആയിട്ട് അവർക്ക് ആ ബ്രസ്റ്റ് ഫീഡിങ് നടന്നിട്ടില്ലെങ്കിൽ അവരെങ്ങോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് അഡോളസൻ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും മൗത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് മൗത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്മോക്കിംഗ് സിഗരറ്റ് മാത്രമല്ല കുടിക്കുക അതൻ വായനാ സാധനങ്ങൾ വെക്കുക അവിടെ ഒരു ഫിക്സേഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അവർ ആ ഒരു പ്ലഷർ അവർക്ക് ആ ഒരു രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കേണ്ട ആ സമയത്ത് ആ ഒരു അതൊന്നും കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് കിട്ടേണ്ടതൊന്നും അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ഏതിലേക്ക് പോകുന്നു ഇപ്പോഴല്ല പോകുന്നത് കേട്ടോ നമ്മുടെ സിഗ്മൺ ഫോയിന്റെ തിയറി മുഴുവൻ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുമാണ് അതേപോലെ തന്നെ മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശങ്ങൾ എസ്കേപ്പ് മെക്കാനിസങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇതിനകത്താണ് അപ്പം എങ്ങോട്ട് പോകുന്നു അവിടെ ഒരു ഫിക്സേഷൻ വന്നിരിക്കുകയാണ് ആ ഫിക്സേഷൻ സ്റ്റേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി ഇതിലേക്ക് പോകുന്നതാണ് ദെൻ സെക്കൻഡ് അനൽ സ്റ്റേജ് അത് രണ്ട് ടു മൂന്ന് വയസ്സ് വരെയുള്ളതാണ് ഈ സമയത്ത് കുട്ടി എന്താണ് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പിള്ളേരോട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കറക്റ്റ് ടൈമിന് പോകണം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില അമ്മമാരുണ്ട് ഈ കുട്ടിക്ക് പോകണം എന്നുള്ളത് ഓക്കെ നമ്പർ വണ്ണിനും നമ്പർ ടൂവിനും ഒക്കെ വിടണം എന്നുള്ളത് ഓക്കെ പക്ഷെ അത് സ്ട്രിക്റ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ വേണം അത് കഴിഞ്ഞ ഭയങ്കര ക്ലീനിങ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാവോ അവിടെയും ഒരു ഇത് വരുന്നു ഒ സി ഡി നീറ്റ് കൂടുതലായിട്ട് കഴിഞ്ഞപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എല്ലാം വൃത്തിയായിട്ടിരിക്കണം എല്ലാവരും വളരെ കറക്റ്റ് ആയിരിക്കണം അപ്പൊ ആ ഒരു സ്റ്റേജിൽ ആ കുട്ടികളെ അവിടെ ഒരു ഫിക്സേഷൻ വരികയാണ് വന്നിട്ട് പേഴ്സണാലിറ്റിയിൽ പിന്നെ മുന്നോട്ട് വരുമ്പോൾ ഈ രീതിയിലേക്ക് വരുന്നു അത് അസുഖത്തിലേക്ക് മാറുന്നു അപ്പോൾ ഓരോന്നും ഒന്നുകിൽ ബിഹേവിയർ പ്രോബ്ലം ആദ്യത്തേത് ബിഹേവിയറൽ പ്രോബ്ലംസിലേക്ക് പോയി രണ്ടാമത്തേത് വന്നിട്ട് ആൻസൈറ്റിയിലേക്കും ഓസിഡിലേക്കും പോയി അടുത്ത സ്റ്റേജില് ഫാലിക് സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ് വന്നിട്ട് മൂന്ന് ടു അഞ്ച് വയസ്സ് വരെയുള്ളതാണ് ഈ സമയത്താണ് നമ്മൾ രണ്ട് പിള്ളേരെ കൊണ്ടുപോയിട്ട് പൈപ്പിന്റെ ചുവട്ടിൽ നിർത്തിയിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാം ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർ പരസ്പരം തൊട്ട് നോക്കിയിട്ട് അയ്യേ എന്ന് പറയും ഇതെന്തായി ഇങ്ങനെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കുട്ടികളെ നിങ്ങൾ ഇത് അറിയില്ല അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ളതല്ല അത് അവർക്ക് അതിനോട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു സമയമായിരിക്കും ഈ ഫാലിക് സ്റ്റേജ് ഈ ഫാലിക് സ്റ്റേജില് എന്ത് പറയാ ഒരു സെക്സൽ അറ്റാച്ച്മെന്റ് സിഗ്മൺ ഫോയിഡ് പറയുന്നത് ആൺകുട്ടിക്ക് അമ്മയോടും അതേപോലെ തന്നെ പെൺകുട്ടിക്ക് അച്ഛനോടും കൂടുതൽ താല്പര്യമുണ്ടെന്ന് അതിനാണ് ലബൽഡ് എന്താ പറയാ ഇലക്ട്ര കോംപ്ലക്സും ഒഡിപ്പിസ് കോംപ്ലക്സും ഇതറിയാവോ ആ സ്റ്റോറിയൊക്കെ അറിയാം മാഡം അറിയാം അങ്ങനെ പറയണ്ട ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ ഉള്ളത് ഈ ഒരു സമയത്താണ് ആകുന്നത് ഇവിടെ ഇവിടെയൊക്കെയാണ് ഇവിടെ പിന്നെ പ്രാധാന്യമുള്ളത് രണ്ട് പേര് സിംഗിൾ പേരന്റിങ് വരുമ്പം പ്രോബ്ലം വരുമെന്ന് എന്ന് പറയുന്നു സിംഗിൾ പേരന്റിങ് വരുമ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ ഇറങ്ങിയ സിനിമ കണ്ടു കേട്ടോ ഏതാണെന്നറിയാമോ നിഴല് നല്ല മൂവിയാണ് കേട്ടോ സൈക്കോളജിക്കൽ ത്രില്ലർ എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഇതൊക്കെ ആയിട്ട് അതിന് ചില ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അത് ഓർത്തപ്പം ദെൻ ഈ ഒരു സമയം അത് നമ്മൾ സൈക്കോളജിക്കൽ വരുന്നതൊക്കെ ജസ്റ്റ് കണ്ടു നോക്കണം എന്താണെന്നുള്ളത് അറിയണമല്ലോ അപ്പൊ അതിനു വേണ്ടിട്ടാ എല്ലാം കാണണം എല്ലാം കാണും ഏതൊരു മൂവി വന്നാലും പോയിരുന്ന് കണ്ടു പഠിക്കും ദെൻ ഇവിടെ വന്നിട്ട് ആ ഈ ഒരു അറ്റാച്ച്മെന്റ് വരാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാച്ച്മെന്റിലാണ് കുട്ടികൾ എല്ലാ സ്റ്റഡീസും നടക്കുന്നത് അവരുടെ സെക്സൽ ആയിട്ടുള്ളത് സെക്സൽ ആയിട്ടുള്ള അവരെ നമ്മൾ ചിലപ്പോൾ മൂവിയിലൊക്കെ കാണുകയല്ലേ അമ്മയെ അറിഞ്ഞവൻ പിന്നെ ഒരു പെണ്ണിനെയും ചിത്തയാക്കാൻ നിൽക്കിയാലാന്നുള്ളത് ഈ സമയത്തൊക്കെ കുട്ടി അമ്മയുടെ കൂടെ അമ്മ കുളിക്കാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെ കുളിക്കാൻ കേൾക്കുകയും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതേപോലെ തന്നെ എല്ലാം നമ്മൾ പലപ്പോഴും ഈ ഒരു ഈവൻ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ അനുസരിച്ച് അയ്യോ കുട്ടി കണ്ടു അങ്ങനെയൊക്കെ ഇതൊന്നും ഇതൊന്നുമില്ലാതെ വളർത്തേണ്ട ഒരു സമയമാണ് ഇല്ലെങ്കിൽ അവർക്ക് അവിടെ എന്തായിട്ട് മാറും അവർക്ക് അവിടെ ഒരു മറ്റൊരു രീതിയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത് കേട്ടോ ഇതിൻ ലേറ്റൻസി ഫൈവ് ടു ട്വൽവ് ഇയേഴ്സിലെ ഈ സമയത്താണ് എല്ലാ രീതിയിലുമുള്ള സ്കിൽസ് മക്കൾ പഠിക്കുന്നത് എല്ലാ സ്കിൽസും social academic and professional skills മുഴുവൻ പഠിക്കുന്ന സമയമാണ് ഈ five to twelve years Sigmund Freud അത്രയും സിഗ്മൺ ഫ്രോയിഡിന്റെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടേ അന്ന് സിഗ്മൺ ഫ്രോയിഡ് പറഞ്ഞത് ഫൈവ് ടു ട്വൽവ് ഇയേഴ്സിൽ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ എന്താ പറയാ ഒരു റിപ്രഷൻ സ്റ്റേജും കൂടിയാണ് അതേപോലെ തന്നെ ആൺകുട്ടിക്ക് ആൺകുട്ടിയോടും പെൺകുട്ടിക്ക് പെൺകുട്ടിയോടും അങ്ങനെ കൂട്ടുകൂടുന്ന ഒരു സമയം ആയിരുന്നു ഇപ്പൊ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഈ തിയറിയുടെ ഒരു കാലഘട്ടങ്ങളിൽ ആ ഒരു ഏജ് ഫൈവ് ടു ട്വൽവ് ഇയേഴ്സിൽ ആൺകുട്ടി ആൺകുട്ടിയിലൂടെയും പെൺകുട്ടി പെൺകുട്ടിയിലൂടെയും നടക്കണ ഒരു പ്രായം ഓക്കെ കിട്ടിയോ അത് എല്ലാ സ്കിൽസും ഈ ഒരു സമയത്ത് അവരുടെ സ്കിൽസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് സ്കിൽസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഫൈവ് ടു ട്വൽവ് ഇയേഴ്സ് ആണ് എല്ലാ സ്കിൽസും അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കി കൊടുത്തിട്ടുണ്ട് social academic and professional skills എന്നാണ് കൊടുത്തിരിക്കുന്നത് ദാറ്റ് മീൻസ് സ്കില്ലല്ല സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ലേണിംഗ് അല്ല അക്വയറിംഗ് ആണ് സ്കിൽസ് ഒക്കെ അപ്പൊ ഈ അക്വയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റിയോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പഠിക്കണം അതൊക്കെ ആ കുട്ടി പഠി ബേസിക് ആയിട്ട് പഠിച്ചു പോകേണ്ട പീരീഡ് ആണ് ഫൈവ് ടു ട്വൽവ് ഇയേഴ്സ് ആ സമയത്ത് നടന്നില്ലേ പിന്നെ നടത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവിടെ വരുന്നത് ദ നെക്സ്റ്റ് ജനറ്റേൽ സ്റ്റേജ് ആണ് ട്വൽവിന് ശേഷമുള്ളത് ഈ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഹെട്രോസെക്സൽ റിലേഷൻഷിപ്പിന്റെ ഇതിലേക്ക് വന്നവരെ ഓപ്പോസിറ്റ് സെക്സ് സെക്സുമായിട്ട് അവർക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് വരുന്ന സമയമാണ് ട്വൽവ് ഇയേഴ്സിന് ശേഷം എന്നുള്ളതാണ് സിഗ്മൻ ഫ്രോയിഡ് പറയുന്നത് അപ്പോൾ ഒരു നല്ല നല്ല ഡ്രസ് ഇടുന്നു നല്ലപോലെ കോൺവെർസേഷൻ പക്ഷെ ഇതിന് മുമ്പ് ഡെവലപ്പ് ചെയ്യേണ്ടതൊക്കെ ചെയ്തു പോണേ ദെൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ ദെൻ ഇത് ഈ ഒരു മുമ്പിലുള്ള സ്റ്റേജുകൾ ഒന്നും നടന്നില്ലെങ്കിൽ അവിടെ ഒരു ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റുകൾ ഏർലി സ്റ്റേജസിൽ നടന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ എന്ത് വരും ഇവിടെയും ഫിക്സേഷൻ വരും ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റ് ഫിക്സേഷൻ ആണ് ഇവിടെ വരുന്നത് അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് നടക്കാതെ വരുന്നു അവർക്ക് ഓക്കെ ദെൻ ഇനി ഇതിനോടനുബന്ധിച്ച് ആൻസൈറ്റി ആൻഡ് ഡിഫൻസ് മെക്കാനിസം ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിനോടനുബന്ധിച്ച് വരുന്നതാണ് ആൻസൈറ്റിയും അതിനോടനുബന്ധിച്ച് ഡിഫൻസ് മെക്കാനിസവും ഈ റിയാലിറ്റി ആൻസൈറ്റി ആണ് അത് നിങ്ങളുടെ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റിയാലിറ്റി ആൻസൈറ്റി ബേസിക് ആയിട്ട് നമുക്ക് വരുന്നതാണ് ഒരു എന്ത് പറയുക ഒറിജിനൽ ആയിട്ടുള്ള ഒരു ആൻസൈറ്റി ആണ് ഇപ്പൊ സ്റ്റെപ്പ് കയറി മോളിൽ പോകാനുള്ള ഒരു പേടി അല്ലെങ്കിൽ ഏണി കയറാനുള്ള പേടി ഇതൊക്കെ നമുക്ക് സ്വയമേ തോന്നുന്ന ഒരു സാധാരണ എല്ലാവർക്കും ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ ഓടുക ഇത് റിയാലിറ്റി ആണ് ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോട്ടിക് അനുസരിറ്റി ഉണ്ട് ഓക്കെ ന്യൂറോട്ടിക് അൻസൈറ്റിയിൽ വന്നിട്ട് അൺകോൺഷ്യസ് ഫിയർ ആണ് കിടക്കുന്നത് അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നേരത്തെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അപ്പൊ അതിൽ നിന്നാണ് ഈ എൻസൈറ്റി വരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചെറുപ്പകാലത്ത് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് ബേസിക് ഇമ്പൾസസ് ഓഫ് ദി ഈ തന്നെ പക്ഷെ ചിലപ്പോ ചെറുപ്പത്തില് കുറെ വഴക്ക് പറഞ്ഞത് അല്ലെ കുറെ അധികം കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും അരുതുകൾ വെച്ചിട്ട് വളർത്തിയത് ഇതെല്ലാം എവിടെ കിടപ്പുണ്ട് ഉള്ളിൽ കിടപ്പുണ്ട് അതാണ് ന്യൂറോട്ടിക് അൻസൈറ്റി ആയിട്ട് പുറത്തേക്ക് വരുന്നത് പിന്നീട് then next moral anxiety moral anxiety എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ anti social behaviour sexual and aggressive drives of the ഇത് ഈ രീതിയിൽ ഇമ്മോറൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വൈലേറ്റിംഗ് വാല്യൂസ് മോറൽ കോഡ്സ് ഇതൊക്കെ വന്നിട്ടാണ് മോറൽ അൻസൈറ്റിയിലേക്ക് വരുന്നത് അപ്പൊ അൻസൈറ്റിയെ അവര് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് റിയാലിറ്റി എൻസൈറ്റി സാധാരണ എല്ലാവർക്കും ഉള്ളത് ദെൻ ന്യൂറോട്ടിക് എൻസൈറ്റി നമ്മളിൽ പലർക്കും ഉള്ളതാണ് ന്യൂറോട്ടിക് എൻസൈറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇട്ട് തന്നിട്ടുണ്ടാവും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോകരുത് ഉറക്ക ചിരിക്കരുത് ഉറക്ക സംസാരിക്കരുത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ അപ്പൊ അത് ന്യൂറോട്ടിക് അൻസൈറ്റി ആയിട്ട് വരുന്നു ദെൻ ഇനി അത് തന്നെ അല്ലെങ്കിൽ പോലും ന്യൂറോട്ടിക് അൻസൈറ്റിയിൽ ഒരു അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര അടുത്തി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂറോട്ടിക് അൻസൈറ്റിയിലേക്ക് പോകും കല്യാണം ഇനി കല്യാണം കഴിക്കുകയേ വേണ്ട കാരണം എന്താ അച്ഛനും അമ്മയും മര്യാദയ്ക്ക് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല ആ രീതിയിൽ then moral anxiety rules values ഈ കാര്യങ്ങളിലൊക്കെ വയലേറ്റ് ചെയ്ത് പോകുന്നത് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവുക ഞാൻ ആ ക്ലാസിക്കൽ ഒക്കെ പറയുമ്പോഴേ irrational behaviour anti social sexual and aggressive drives of ചെയ്ത് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പം അത് വന്നിട്ട് മോറൽ ഡെവലപ്മെന്റ് ഒന്നും നടക്കാതെ പോകുന്നവര് അതായത് ഒരു ഒന്നും ശരിയാണെന്ന് ഏതാണ് ശരി ഏതാണ് തെറ്റാണെന്ന് പഠിപ്പിക്കാതെ മുന്നോട്ട് വന്നു കഴിയുമ്പം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ മോറൽ ആൻസൈറ്റിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എല്ലാം തെറ്റാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ശരിയൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണെന്നുള്ളതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എല്ലാ എല്ലാ കാര്യങ്ങളും തെറ്റാണ് ആൺകുട്ടികൾ ചിലപ്പോൾ പെൺകുട്ടികൾ നമ്മൾ ആൺകുട്ടികളോട് സംസാരിക്കാൻ പോലും അവരെ സമ്മതിക്കാതിരിക്കുക അപ്പൊ അവർക്ക് ആ സംസാരിക്കുമ്പോഴുള്ള പേടിയ അല്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്സ് റിലേഷൻഷിപ്പിന് പേടി അപ്പൊ ഇതെല്ലാം എന്തിലേക്ക് വരുന്നുണ്ട് മോറൽ ആൻസൈറ്റിയിലേക്ക് വരുന്നുണ്ട് ഏതൊക്കെയെന്ന് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഏകദേശം നമുക്കത് മനസ്സിലാക്കാം ഇനി ഇതാണ് വരുന്നത് കേട്ടോ ഡിഫൻസ് മെക്കാനിസം എപ്പോഴേലും പഠിച്ചിട്ടുണ്ടോ അറിയാവോ ഡിഫൻസ് ഓക്കെ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു പോകാമേ നിങ്ങളുടെ അതിനകത്തെ ഓർഡർ അനുസരിച്ചല്ല അത് വരും എന്നാലും ആദ്യം അഗ്രഷൻ പറയുന്നേ അഗ്രഷൻ വന്നിട്ട് ഇത് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലുമേ കൂടുതലും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കുട്ടികളിലേക്ക് പോവാറുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അഡോളസൻ സ്റ്റേജിലേക്ക് പോവാറുണ്ട് അവിടെ മുതലാണിത് അവിടെ മുതൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിനു മുമ്പും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് എ ഡി എച്ച് ഡി ഒക്കെ എടുക്കുന്ന സമയത്ത് പറയാം ഇവിടെ നമുക്ക് അഗ്രഷൻ അഗ്രഷൻ അഗ്രഷൻ വന്നിട്ട് അത് ഫിസിക്കലായിട്ടായിരിക്കും ചിലപ്പം ഉപദ്രവിക്കുക അല്ലെങ്കിൽ വാക്കുകൾ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് വെർബൽ ഓർ സിംബോളിക് അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നത് അഗ്രഷൻ തീർക്കുന്നത് അപ്പൊ ഈ അഗ്രഷൻ ഇതിനകത്തൊന്നും മുഴുവൻ കൊടുത്തിട്ടില്ലല്ലേ ആ ഓക്കെ അഗ്രഷൻ വരുന്നുണ്ട് ഈ അഗ്രഷൻ അഗ്രഷനും കഥാറിസിസും തമ്മിൽ റിലേഷൻ ഉണ്ട് അതായത് ഇമോഷണൽ റിലീസ് നടത്തുകയാണ് അവിടെ ചെയ്യുന്നത് അഗ്രഷൻ വരുമ്പോൾ ദേഷ്യം വരുമ്പം അടിക്കുക ഉപദ്രവിക്കുക ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ലൈഫുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയാൽ മതി നേരത്തെ നിങ്ങൾ എന്തോ എന്നോടൊന്ന് ചോദിച്ചിരുന്നേ എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതെന്നെ അപ്പം ഇപ്പൊ ഇവിടെ ഇതിനകത്ത് പറയുന്നത് ഈ അഗ്രഷൻ എന്ന് പറയുന്ന ആ നമ്മൾക്ക് വരുന്ന ആ ഒരു അത് വേർബലായിട്ട് വേണമെങ്കിൽ തീർക്കാം അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് തീർക്കാം ഇനി സിംബോളിക് ആയിട്ട് തീർക്കാം ഏത് രീതിയിൽ വേണേലും തീർക്കാം ഈ അക്വേഷൻ ഇത് കത്താറിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം കത്താറിസിസ് എന്താണെന്നുള്ളത് മറക്കാതെ മനസ്സിൽ വെക്കണം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുമ്പോൾ കുറേ വേർഡുകൾ നമുക്ക് ഓർത്തിരിക്കാനുണ്ട് ആ വേർഡുകളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക അപ്പൊ ഇമോഷണൽ റിലീസ് ആണ് അവിടെ വന്നിരിക്കുന്നത് കഥാറിസിസ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് കോമ്പൻസേഷൻ ഇത് ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് കോമ്പൻസേറ്റ് ചെയ്യാണേ ഹൈ അച്ചീവ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം ഇതിനടുത്താണ് സ്പോർട്സിൽ അപ്പം ലോ അച്ചീവ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ അക്കാഡമിക്കില് ഈ അക്കാഡമിക്കിലെ ലോ അച്ചീവ്മെന്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സിലേക്ക് ഹൈ അച്ചീവ്മെന്റിലേക്ക് പോകുന്നു ഇനി ചിലപ്പം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടാവും അവർക്കൊരു ഡോക്ടർ ആണോ എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പൊ അവരെന്ത് ചെയ്യും അത് കോമ്പൻസേറ്ററി ആയിട്ട് മക്കളെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു അവിടെയാണ് കോമ്പൻസേഷൻ വരുന്നത് കൂടുതലും അപ്പൊ അവിടെ പ്രോബ്ലം ആയി തുടങ്ങി ആ ഒരു കോമ്പൻസേഷൻ വരുമ്പം തന്നെ ഒത്തിരി പ്രോബ്ലം ആവുന്നുണ്ട് അവനവന്റെ ഉള്ളിൽ തന്നെ കോമ്പൻസേഷൻ വരുമ്പം അത് സെൽഫ് എസ്റ്റീം ആയിട്ട് വരുന്നു അതേ സമയത്ത് എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഞാനത് കോമ്പൻസേറ്റ് ചെയ്ത് മറ്റൊരാളിലേക്ക് വിടുമ്പോഴത്തേക്കും അത് പ്രോബ്ലം ആയിട്ട് അവിടെ വരികയാണ് ചെയ്യുന്നത് അത് വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നു കേട്ടോ then next one identification identification എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adopting the feelings and attitudes അല്ലെങ്കിൽ achievements of others as one soul മറ്റുള്ളവരുടേതെല്ലാം എൻ്റെതായിട്ട് എന്നെ തിരിച്ചെടുക്കുകയാണ് ഞാൻ ഐഡന്റിഫിക്കേഷൻ ചെയ്യുകയാണ് ദാറ്റ് മീൻസ് എൻ്റെ ചേച്ചി നന്നായി പഠിക്കും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് പറയുകയോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി നല്ല ഞാനിങ്ങനെ മറ്റു അവരെ കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ എൻ്റെ പേരൻസിനെ കുറിച്ച് അവർ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ വലിയ കാര്യത്തിൽ പറയും അതൊക്കെ എൻ്റെതായിട്ട് ഞാൻ ഇനി ഏറ്റെടുത്തേക്കാണ് അതായത് എൻ്റെ ഫെയിലിയറിനെ ഞാൻ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെയോ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ചില ആൾക്കാരെ നമുക്ക് കാണാം അവർ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടാവാം പക്ഷെ ജീവിതത്തിൽ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും ഇവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ ഇവർക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ എന്നിട്ട് അവർ സ്വന്തം ലൈഫിൽ വരുമ്പം ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല അതായത് അവിടെ ഐഡന്റിഫിക്കേഷൻ ആണ് നടന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ പ്രോജക്ഷൻ എന്റെ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരാളിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് എക്സാമിന് ഞാൻ ഫെയിലായാൽ ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് വന്നതാണ് എന്നൊക്കെ പറയുന്നു അപ്പൊ അവിടെ എന്ത് നടന്നു പ്രോജക്ട് ഞാൻ മറ്റൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യാണ് വീട്ടിൽ അത് ഇതിൽ മാത്രമല്ല കേട്ടോ ഇത് അക്കാഡമിക്കിൽ മാത്രമൊന്നുമല്ല ഇനി വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായി ഞാൻ എനിക്ക് ഇതിനകത്തൊന്നും പങ്കില്ല ആർക്കാണ് പങ്ക് അത് ഹസ്ബൻഡിന് അല്ലെങ്കിൽ അത് മദറിനിലേക്കാണ് അത് മദർ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് ആ രീതിയിൽ അവരിലേക്ക് ഇത് മാറ്റിവിടുന്നു നെക്സ്റ്റ് റാഷണലൈസേഷൻ റാഷണലൈസേഷൻ ആ നിങ്ങളിതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ഞാൻ ഞാനതിനെ എന്തൊരു സംഭവം ഉണ്ടായാലും അതിനെ കൃത്യമായിട്ട് യുക്തി കൊണ്ട് നേരിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് സോർഗ്രേപ്പിസോ ഉണ്ട് സ്വീറ്റ് ലെമണിസും എന്ന് പറയാവേ സോർഗ്രേ മുന്തിരിങ്ങ എന്ന് പറയില്ലേ അപ്പം പി എസ് സി പരീക്ഷ എഴുതി എല്ലാവർക്കും കുറെ പേർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ബി എസ് സി ഇപ്പൊ കിട്ടിയില്ലല്ലോ എന്താ ബി എസ് സി ഒക്കെ കിട്ടിയില്ല അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ട് എനിക്ക് വേറെ എത്ര മേഖലകളിൽ പോകാൻ പറ്റി അപ്പൊ അത് സോർ ഗ്രേപ്പസിലേക്ക് വന്നേ ദെൻ സ്വീറ്റ് ലെമണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു നല്ല പൊസിഷനിലുള്ള ജോലിയായിരുന്നു എന്താ പറയാ പി എസ് സി എഴുതി ഞാൻ കിട്ടാൻ ആഗ്രഹിച്ചിരുന്നത് എന്താ പറയാ ഒരു പോലീസ് ഓഫീസറുടെ ആ രീതിയിലുള്ള ഒരു ജോബാണ് പക്ഷെ എനിക്ക് കിട്ടിയത് എന്താണ് ഇന്ന് ഒരു എൽ പി സ്കൂൾ ടീച്ചറായിട്ടാണ് കിട്ടിയത് അപ്പൊ ഞാൻ ആ അപ്പോ അന്ന് ആ ജോലി കിട്ടുകയായിരുന്ന ഇപ്പൊ ഞാനിപ്പം മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലോ ഒക്കെ പോയിരിക്കേണ്ടി വന്നതിനായിരുന്നു ഇത് കിട്ടിയത് കൊണ്ട് എന്തായി ആ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്ന റാഷണലൈസേഷൻ അതിനകത്ത് വന്നിട്ട് സ്വീറ്റ് ലെമണിസം കിട്ടും ദെൻ നെക്സ്റ്റ് നെഗറ്റീവിസം നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയും മോളും തമ്മിൽ വഴക്കുണ്ടാകുകയാണേ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാവേ ഒരു ദിവസം മോള് സ്കൂൾ എത്തിയില്ല അപ്പൊ അമ്മ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ട് അപ്പൊ ഇവൾ അന്ന് കൂട്ടുകാരുടെ കൂടെ അവരെല്ലാരും കൂടെ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സാവകാശം വരികയാണ് തിരിച്ച് അപ്പൊ അമ്മ ചോദിച്ചു മോള് ഇത് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ നിനക്കൊന്നും ജസ്റ്റ് പറഞ്ഞാൽ പോയായിരുന്നു ഉടനടി അവള് ചോദിച്ചു കഴിഞ്ഞ ദിവസം അമ്മ പോയപ്പോ എന്നോട് പറഞ്ഞിട്ടാ പോയത് അമ്മ സ്റ്റാഫ് മീറ്റിങ്ങിനാണ് പോയത് അമ്മ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു കമ്മിറ്റി കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഇവൾ ഇവിടെ എന്ത് കാണിച്ചു രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കണമേ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് വന്നു ഇവിടെ ചെയ്ത് എന്താണ് ഈ അമ്മ പക്ഷെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വരാൻ താമസിക്കും കേട്ടോ ഇങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെന്ന് ഞാൻ ഇപ്പൊ ഇവിടെ പറയാണ് ഞാനും വന്നിട്ട് പറയാന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് വന്നു ഏതൊരു കാര്യത്തിനും നെഗറ്റീവായിട്ട് പെരുമാറുന്ന കുട്ടികൾ പാത്തോളജിയിലേക്ക് വരുന്നു തിന ഞാൻ കേട്ടില്ല നമ്മൾ എന്ത് പറഞ്ഞാലും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ കുട്ടികൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ എന്ത് പറഞ്ഞാലും അവര് ഒരു തർക്കുത്തരം എന്ന രീതിയിൽ എന്തെങ്കിലും ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം അവിടെയാണ് നെഗറ്റീവ്സം വരുന്നത് okay then next withdrawal withdrawal എന്ന് പറഞ്ഞാല് ഡിഫിക്കൽ സിറ്റുവേഷൻ വരുന്ന ഏതൊന്നിൽ നിന്നും മാറി നിൽക്കുക അപ്പോൾ ഡേഞ്ചറും ഫെയിലിയറും ഒന്നും എന്നെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം നിങ്ങോട്ട് മാറി നിൽക്കും എസ്കേപ്പ് മെക്കാനിസം ആണത് ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിൽ നിന്ന് മാറി നിൽക്കും ദെൻ അടുത്തത് റിഗ്രഷൻ റിഗ്രഷൻ ആണ് സിഗ്മൺ ഫ്രോയിഡിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത അതായത് നമ്മൾ പുറകിലേക്ക് പോവുകയാണ് ഒത്തിരി പുറകിലേക്ക് പോവുകയാണ് പ്രശ്നമാണല്ലേ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആ ഓക്കെ റിഗ്രഷനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ബാക്കിലേക്ക് പോവുകയാണ് ഇപ്പം ഒരു മിലിറ്ററിക്കാരൻ ഇരുന്ന് പറയും ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നു എന്നിങ്ങനെ ആയിരുന്നു ആ യങ് ഏജിലെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇനി ഒരു മുപ്പത്തഞ്ച് വയസ്സായ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സായ പെൺകുട്ടി ഇപ്പോഴും ഒരു അഞ്ചു വയസ്സായ കൊച്ചിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അത് പറയുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ ദെൻ റിപ്രഷൻ ഇതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഇതൊരു മെന്റൽ മെക്കാനിസം ആണ് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ഉള്ളിലേക്ക് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളിലേക്ക് ഷെയിംഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഗിൽറ്റ് മെമ്മറീസ് ഇതെല്ലാം ഉള്ളിൽ അമർത്തി വെച്ചേക്കാണ് അപ്പൊ അത് വലിയൊരു ആയിട്ട് വരുന്നു എന്നുള്ളത് ദെൻ സബ്ലിമേഷൻ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ഷനിലേക്ക് വരിക അതായത് എനിക്ക് കല്യാണം കഴിഞ്ഞു എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല പകരം ഞാൻ എന്ത് ചെയ്തു ഇത് ഞാൻ പറയുന്നില്ല എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തു അപ്പൊ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് ഞാൻ വന്നു സബ്ലിമേഷൻ ഞാൻ അതിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കട്ടെ ഡിനയിൽ വന്നിട്ടുണ്ട് believing that what is true to be actually false. True ആണ് എന്ന് അറിഞ്ഞിട്ടും അതിനെ എന്താണ് തെറ്റായിട്ട് കാണുന്നത് അങ്ങനെയല്ല എന്ന് വാദിച്ച് ഇതാക്കുന്നത് psychoanalytic therapy by Sigmund Freud psychoanalytic therapy എന്ന് ഞാൻ അവിടെ മറന്നുപോയി സൈക്കോ അനലിറ്റിക് തെറാപ്പി എന്ന് പറയുമ്പം സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിന്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് നിങ്ങളുടെ ബുക്കിനകത്ത് എന്താ കൊടുക്കാത്ത ഉള്ളിലേക്ക് കിടന്നിട്ട് അവരെ ഒരു ഹോട്ട് സ്പോട്ടിൽ ഹോട്ട് ചെയറിൽ ഇരുത്തുക എന്ന് പറയും ആൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഒരാളെ ഹോട്ട് ചെയറിൽ ഇരുത്തുക അല്ലെങ്കിൽ കെടുത്തിയിട്ട് ആളെ ഒരു ഹിപ്നോട്ടിക് തെറാപ്പിക്ക് വിധേയമാക്കുകയായിരുന്നു ഹിപ്നോട്ടിക് തെറാപ്പിക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ സിഗ്മൺ ഫ്രോയിഡ് ചെയ്ത് ഇവിടെ നമ്മുടെ നെറ്റിയുടെ ഇവിടെ ഒരു മർമ്മമുണ്ട് ഈ മർമ്മത്തിൽ ആള് വിരല് അമർത്തി പിടിക്കും ഇങ്ങനെ അമർത്തി പിടിച്ച് കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഒരു ഹിപ്നോട്ടിക് ഇതിലേക്ക് പോകും ഉറക്കുക എന്ന് പറയുന്നതിന് തുല്യമായിട്ട് അതിലേക്ക് പോയിട്ട് അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അതായത് റിപ്രസ്ഡ് ആയിട്ട് പോയിരിക്കുന്ന തെറാപ്പി ഇൻവോൾസ് റിവീലിംഗ് റിപ്രസ്ഡ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ റിപ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയിംഫുൾ ആയിട്ടുള്ള തോട്ട്സ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതിനെ ട്രീറ്റ് ചെയ്ത് ആ ആ ഒരു പെയിൻഫുൾ ഒക്കെ നമ്മളിപ്പോ ചെയ്യുന്ന മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് ഇപ്പൊ നിങ്ങൾ ഇനി തെറാപ്പി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ടാവും മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് ആ ടെക്നിക്കാണ് ആൾ ഇവിടെ എടുത്തിട്ട് സൈക്കോ അനലിറ്റിക് തെറാപ്പിയിൽ ആ വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയെ എങ്ങോട്ട് കൊണ്ടുവന്നു ഇന്റർപ്രിറ്റ് ചെയ്ത് അതിന് വേണമെങ്കിൽ ആള് ഡ്രീം അനാലിസിസ് ഉപയോഗിച്ചിട്ടുണ്ടാവും ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ എന്നാലും ഓർക്കുക ഡ്രീം അനാലിസിസ് ആ ഡ്രീം ഇന്റർപ്രിറ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് preconscious eventually conscious mind to the subject dream ഇന്റർപ്രിറ്റേഷനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്സതി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡ്രീം അനാലിസിസ് ആ എന്തോ എന്തോ ഈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പോയിന്റ് ആയിട്ട് സൈക്കോ അനാലിക് തെറാപ്പി എന്ന് കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് മാം സൈക്കോ അനാലിക് തെറാപ്പി കൊടുത്തിട്ടുണ്ട് തെറാപ്പിയിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിനകത്തുണ്ടോ ഈ പേജ് നമ്പർ ഞാൻ എട്ടാമത്തെ പേജ് നമ്പർ ആണ് ഇതിലുണ്ട് പന്ത്രണ്ടിലുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പന്ത്രണ്ടിലുണ്ട് മാഡം സൈക്കോ അനലൈസിസ് കേട്ടോ സൈക്കോ അനലൈസിസ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് മസിൽ റിലാക്സേഷൻ പ്ലസ് ആണ് ചെയ്യുന്നത് അന്ന് ആള് ചെയ്തിരുന്നത് ഈ വ്യക്തിയെ ആള് ഹിപ്നോട്ടിക് ആയിട്ട് ഉറക്കുന്നുണ്ടായിരുന്നു ഉറ കൗൺസിലിംഗ് കൊടുത്തിട്ടതിന് ശേഷം ഉറക്കിയിട്ട് അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തെടുക്കുമായിരുന്നു പുറത്തെടുത്തിട്ട് ദെൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതല്ലേ ഗാർഡിയൻസ് ഓഫ് സ്ലീപ്പ് ഉറക്കി കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് കൊണ്ടുപോയിട്ട് അവർക്ക് ആ ഓർമ്മയുള്ളത് നമുക്കറിയാം നമുക്ക് ഓർമ്മയുള്ളത് എന്ന് മുതൽ ഓർമ്മയുണ്ടാവും എന്നറിയാവോ ഞാൻ ഇന്നലത്തെ സിനിമ കാണാൻ പറഞ്ഞത് അതുകൊണ്ടാണേ ആ ഒരു പ്രഗ്നന്റ് ആയിരുന്ന സമയം മുതലുള്ളത് ദാറ്റ് മീൻസ് കുട്ടിക്ക് അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന സമയം മുതലുള്ളത് ഇങ്ങോട്ടുള്ള എല്ലാ ഇമോഷൻസും അറിയാം അപ്പോൾ അത് അറിയുമ്പം അതൊക്കെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും ഇങ്ങനെ ഇങ്ങനെ മാത്രമേ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഒരാളോട് ചോദിച്ചാൽ അവരുടെ കോൺഷ്യസ് മൈൻഡിൽ അത് വരുന്നില്ല കാരണം അത് കിടക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണ് റിപ്രസ്ഡ് ആയിട്ട് നമ്മളത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വിടുകയാണ് ചെയ്തത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കുറെ കാര്യങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് വിട്ടു അത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോൺഷ്യസ് മൈൻഡിൽ ഒരിക്കലും നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ട്രിക്കാണ് അവിടെയാണ് സൈക്കോ അനലിറ്റിക് തെറാപ്പി വരുന്നത് അവിടെ വന്നിട്ട് ആള് അവരെ ഹിപ്നോട്ടിക് മോഡിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് ഇന്ന് പറയുന്ന പേര് വെന്റിലേഷൻ ആണ് നിങ്ങൾ അടുത്തേൽ പഠിക്കുമ്പോൾ പഠിച്ചോളൂ അത് വെന്റിലേറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ആരോടും പറയാതെ നമ്മൾ മനസ്സിൽ വെച്ചതുകൊണ്ടാണല്ലോ ഈ പ്രോബ്ലംസ് വന്നത് ഇൻസൈഡിലേക്ക് വിട്ടതുകൊണ്ട് അപ്പൊ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം അവിടെ എന്താവും എം ടി ആവും ഈ എം ടി ആകുന്ന സ്ഥലത്ത് ആള് പോസിറ്റീവ് അതായത് അഫർമേഷൻസ് കൊടുക്കും അസർട്ടീവ് ട്രെയിനിങ് കൊടുക്കും അവിടെ വന്നിട്ട് നിറയ്ക്കുന്നു ഇനി പിന്നെ ഫ്രീ അസോസിയേഷൻ എന്ന് പറയും കേട്ടോ ഫ്രീ അസോസിയേഷൻ ആദ്യം ചെയ്യുന്നത് അവരുമായിട്ട് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത് then dream analysis dream analysis എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഇന്നത്തെ ഇന്ന് ഇന്ന് ഇന്നത്തെ തലമുറ കാണുന്ന സ്വപ്നത്തിന് വ്യത്യാസമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ടി വിയും മൊബൈലും വെച്ചിട്ടിരുന്നിട്ട് അല്ലാതെ ഒന്നുണ്ട് എപ്പോഴും നമ്മളെ നമ്മളുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ഡ്രീം എപ്പോഴും ഇത് തന്നെയാണ് മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞ് എന്റെ ഒക്കെ അറിയാവോ ഡ്രീം അനാലിസിസ് ഡെവലപ്പ് ചെയ്തതിന്റെ ആ ഓക്കെ ഡ്രീം അനാലിസിസ് എന്ന് പറയുമ്പോൾ ആള് ആളുടെ അടുത്ത ഒരു ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു മലയാളം പ്രൊഫസറാണ് പെൺകുട്ടി പെൺ ഒരു പെൺകുട്ടിയും ഒരു മലയാളം പ്രൊഫസറും ഉണ്ട് പിന്നെ ഒരു ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ല പകരം ചേച്ചിയും ചേട്ടനുമാണ് ഉള്ളത് ചേച്ചിയും ചേട്ടനെയും കൂടെ താമസിക്കുകയാണ് അവിടെയിട്ട് ഒരു അവൾക്ക് ഈ കുട്ടിക്ക് കുറെ കല്യാണാലോചനകൾ വരുന്നുണ്ട് അപ്പൊ ഒരു ഒരിക്കലും ഒരു മലയാളം പ്രൊഫസറും വന്നു കല്യാണാലോചിച്ച് ഇവൾക്ക് ഇഷ്ടമായി പക്ഷെ ചേച്ചിക്കും ഇഷ്ടമായില്ല ചേട്ടനും ഇഷ്ടമായില്ല അങ്ങനെ വിട്ടു പോയി ദെൻ കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് രണ്ട് മക്കളാളെ അതിലെ മൂത്ത കുട്ടി അസുഖം വന്ന് മരിക്കുകയാണ് അസുഖം വന്ന് മരിച്ചു കഴിഞ്ഞിട്ട് മരണമെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി എപ്പോഴും പറയും രണ്ടാമത്തെ കുട്ടിക്കും ഇതുപോലെ വരും ആ കൊച്ചും മരിക്കുമെന്ന് പറയും അങ്ങനെയാണ് ഇവിടെ സിഗ്മൺ ഫ്രോയിഡിന്റെ അടുത്ത് കൊണ്ടുവരുന്നത് സിഗ്മൺ ഫ്രോയിഡിന്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുട്ടി മരിക്കും എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ ഇതിനെ അനലൈസ് ചെയ്യുവാണ് ഈ ഒരു രണ്ടാമത്തെ കൊച്ചു മരിക്കും ആദ്യത്തെ കുട്ടി മരിച്ചു രണ്ടാമത്തെ കുട്ടി മരിക്കുമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അപ്പൊ ആ ഒരു ആ ഒരു ഡ്രീമിനെ ആള് ആദ്യം ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് അതായത് ഈ കുട്ടി പറയുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആ കുട്ടി മരിച്ചപ്പം ഈ മലയാളം പ്രൊഫസർ വന്നിരുന്നു ഇവൾക്ക് കാണാൻ പറ്റി രണ്ടാമത്തെ കുട്ടി മരിക്കുമെന്ന് പറയുന്നതിന്റെ കാരണം ഇയാളെ കാണാനുള്ള ആഗ്രഹമാണ് ഇവൾക്ക് അല്ലാതെ കുട്ടി മരിക്കുന്നത് കൊണ്ടല്ല ഈ മനുഷ്യനോടുള്ള താല്പര്യം ഇവൾക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇവളുടെ ആ ഡ്രീമില് ഈ കുട്ടി അന്നേരം വീണ്ടും ഇയാളെ കാണാൻ പറ്റുമല്ലോ ആ രീതിയിൽ മനസ്സിലായോ അത് പറയാനൊന്നും അറിയില്ല മനസ്സിലായി ആ ആ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ് ഈ കുട്ടി മരിക്കുമെന്ന് പറഞ്ഞത് ആക്ച്വലി ഇവൾക്ക് അയാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഓരോ ആ ഓരോ ഡ്രീമിനും അതിൻ്റെതായ ഒരു മീനിങ്സ് ഉണ്ട് എന്നുള്ളതാണ് സിഗ്മൺ ഫ്രോയിഡ് പറയുന്നത് ഏകദേശം ഒരു രൂപമായി ആ ഓക്കെ ഇനി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാൾ റോസ്റ്ററും അബ്രാഹം മാസ്ലോ ഇവരുടെ തീർച്ചയായും ഒരു കാര്യം ചോദിച്ചോട്ടെ മാം പറഞ്ഞോളൂ നമ്മളിപ്പോ ഡ്രീം അനാലിസിസ് യൂസ് ചെയ്യാറുണ്ടോ ഇപ്പൊ നമ്മള് ഇതിലൊക്കെ തെറാപ്പിയിലും അങ്ങനെയൊന്നും സ്ഥാനമുണ്ടോ ഇതിന് അതാ ഞാൻ പറഞ്ഞത് ഈ ഡ്രീം അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ പിള്ളേർ മുഴുവനും നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഈ മൊബൈലും ടിവിയും ഒന്ന് നിർത്തി വെച്ചിട്ട് കാരണം നമ്മൾ പകല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ വരുന്നത് അതിൽ നിന്നും വേറൊരു രീതിയിൽ വരികയാണെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ടാവും ഡ്രീം അനാലിസിസ് ചെയ്യാൻ പറ്റും ഇപ്പോഴും എപ്പോഴും നമ്മളെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലതുണ്ടാവും ചിലർ പറയാറുണ്ട് ബെഡിൽ കിടന്നു ഉറക്കം അങ്ങ് വന്നു കഴിഞ്ഞതേ കട്ടിലിൽ നിന്ന് താഴേക്ക് പോകുന്നു അങ്ങനെ കാണുന്നു അത് ഒരു ദിവസമല്ല എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ അതുപോലെ വരുമ്പം അതിനൊരു മീനിങ് ഉണ്ടാവും എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവും ഒന്ന് ചിലപ്പോൾ അതൊരു എന്താ പറയാ ഫിസിക്കൽ അസുഖത്തിന്റെ ഭാഗമായിട്ട് വരാം പക്ഷെ അതിലും കൂടുതലായിട്ട് വരുന്നത് ജീവിതത്തോടുള്ള പേടിയും ഫെയിലിയറും ഇനി ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടിയായിട്ട് വരുന്നുണ്ട് അപ്പൊ അതേപോലെ ഓരോന്നിനും ഓരോ മീനിങ്സ് ഉണ്ടാവും നമുക്ക് അവരെ അനലൈസ് ചെയ്താൽ മാത്രമേ ആ വരുന്ന വ്യക്തികളെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പൊ അത് ഇന്നും ചെയ്യുന്നുണ്ട് ചെയ്യാതിരിക്കുന്നൊന്നുമില്ല okay next one humanistic approach humanistic approach Maslowian theory അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു psychological needs safety needs belongings and loved needs esteem needs and self actualization നമ്മൾ അവിടെയാണ് എത്തുന്നത് അല്ലെ ആദ്യം നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ഫിസിയോളജിക്കൽ നീഡ്സിൽ oxygen water food sleep rest and sex ഇത്രയും കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത് അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വേണ്ടത് സേഫ്റ്റി നീഡ്സ് ആണ് feeling safe and secure in one's life എന്നാണ് പറയുന്നത് അല്ലെ നമുക്ക് ഡേഞ്ചർ ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയോടുകൂടി നമുക്ക് വീടിനകത്തും പുറത്തും സേഫ്റ്റി ഫീലിങ്സ് ഇന്നില്ലാത്തൊരു സാധനം the next belongings and love needs belongings and love needs എന്ന് പറയുമ്പം include need to have friends then to loved and accepted by other people need for affiliation അതായത് ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ നമുക്കൊരു നിൽക്കുന്നത് ദെൻ നെക്സ്റ്റ് വന്നിട്ട് എസ്റ്റീം നീഡ്സ് ആണ് സെൽഫ് uh, റെസ്പെക്ട് ഉണ്ട് then recognition and approval of others achieve success ഇത്രയും ഫോ ഈ ഒരു നാല് പടി കടന്നാലേ നമ്മൾ എവിടെ എത്തുള്ളൂ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്നുള്ളൂ കിട്ടുന്നുണ്ടോ അപ്പൊ അബ്രഹാം മാസ്ലോവ് പറഞ്ഞിരിക്കുന്ന ഒരു തിയറിയാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ അറിയാവുന്ന തിയറിയാണ് നെക്സ്റ്റ് വന്നിട്ട് ഹ്യൂമനിസ്റ്റിക്കില് കാൾ റോസറിന്റെ തിയറി വരുന്നുണ്ട് കാൾ റോസർ എന്തായിരുന്നു പറഞ്ഞേ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം ഇതെല്ലാം പഠിച്ചായിരുന്നോ മക്കളെ നിങ്ങള് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പരീക്ഷ എഴുതാതെ ഒന്നും ഓർമ്മയില്ല മാഡം നല്ല കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ട് മാം പഠിച്ചിട്ടുണ്ട് റോജേഴ്സ് അല്ലേ സെൽഫ് റോസറിന്റെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ self Carl Rogers American psychologist ആയിരുന്നു കേട്ടോ സെൽഫ് ഫുൾഫിൽമെന്റ് ആണ് പറയുന്നത് ആള് ഓർ ഒന്ന് ആള് പറഞ്ഞിരിക്കുന്ന പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓർഗാനിസമേ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊട്ടാലിറ്റി ഓഫ് വൺസ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസും അത് കോൺഷ്യസ് ആവാം അൺകോൺഷ്യസ് ആവാം സിഗ്മൺ ഫ്രോയിഡിനെ പോലെ തന്നെ അൺകോൺഷ്യസും അവിടെ വരുന്നുണ്ട് കേട്ടോ കോൺഷ്യസും അൺകോൺഷ്യസും ആയിട്ടുള്ള നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും ഇൻഡിവിജ്വലിന്റെ ഒരു പർട്ടിക്കുലർ ടൈമിൽ വരുന്നത് then self totality of ideas നമ്മുടെ ഐഡിയാസ് ഫീലിങ്സ് ആറ്റിറ്റ്യൂഡ്സ് അതെല്ലാമാണ് വരുന്നത് സെൽഫ് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നു കേട്ടോ അപ്പൊ ഈ സെൽഫിനെ തന്നെ റിയൽ സെൽഫ് എന്നും ഐഡിയൽ സെൽഫ് എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് റിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റിയൽ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ റിയൽ സെൽഫ് കേട്ടോ ഐഡിയൽ സെൽഫ് ഈസ് എന്താണോ നമ്മൾ ആവാൻ ആഗ്രഹിച്ചിരുന്നത് നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആകണം എന്നുള്ളത് അതാണ് ഐഡിയൽ സെൽഫ് അപ്പോൾ പേഴ്സണാലിറ്റി ഒരു സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഐഡിയൽ സെൽഫും അതേപോലെ തന്നെ റിയൽ സെൽഫും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നുണ്ട് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ഐഡിയൽ സെൽഫിലും സെൽഫ് ആൻഡ് കോൺഫിഡൻസിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ ആ ഓക്കെ നിങ്ങളുടെ ബുക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ദെൻ ഈ കാൾ റോസറിന്റെയും മാസ്ലോവിന്റെയും അപ്രോച്ചില് മാസ്ലോ പറയുന്ന ആ രീതിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് മാസ്ലോ പറയുന്നതും കാൾ റോസറും ഒരാ ഒരാൾ സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കോൺഷ്യസിനും അൺകോൺഷ്യസിനും റിയൽ സെൽഫിനും അതേപോലെ തന്നെ ഐഡിയൽ സെൽഫിനും ഇമ്പോർട്ടൻസ് കൊടുത്തു മറ്റൊരാൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ എല്ലാ നീഡ്സിനുമാണ് ആവശ്യങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമ്മൾ ഇവിടെ എത്തുള്ളൂ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുള്ളൂ ഓരോ വ്യക്തിയും ഏതൊരു വ്യക്തിയാണോ അവർ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ആണോ അല്ലയോ ആണ് ഓരോ വ്യക്തിയും അത് ഏത് രീതിയിലാണെന്നുള്ളത് ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രം ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പം അതിപ്പം എങ്ങനെയുള്ള വീടാണെങ്കിലും അവർ പറയുന്നുണ്ട് വീട് എന്ന് പറയുന്നുണ്ട് അല്ലെ എങ്ങനെയുള്ള വീട് എന്നുള്ളതല്ല ആ ഒരു വീട് ഏതാണെങ്കിലും ചിലർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഫിസിയോളജിക്കൽ നീഡ്സ് അവിടെ ഏത് രീതിയിൽ എന്നുള്ളത് ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചാണ് വരുന്നത് ദെൻ സേഫ്റ്റി നീഡ്സ് ഇപ്പം വലിയ കൊട്ടാരത്തിൽ ജീവിച്ചാൽ പോലും ചിലപ്പം സേഫ്റ്റി ഉണ്ടാകില്ല ശരിയല്ലേ ഇപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം വീടിനുള്ളിൽ സുരക്ഷിതത്വമല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ അവിടെ സേഫ്റ്റി നീഡ്സ് അവിടെ നടക്കണില്ല പിന്നെ മുകളിലേക്കുള്ള ഒന്നും നടക്കുകയല്ലോ ശരിയല്ലേ ശരിയാണ് അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷനിൽ ഒരിക്കലും എത്തുന്നില്ല അപ്പൊ ഈ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്നത് ആയിരത്തിൽ ഒരാളോ മറ്റോ ഉണ്ടാവുള്ളൂ അപ്പൊ അവിടെ അപ്പൊ ബാക്കി എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഓക്കെ അതുപോലെ തന്നെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഉണ്ടോ ഇല്ലയോ ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് അപ്പൊ അവിടെ അവിടെയും ഇൻസൈഡിൽ കോൺഫ്ലിക്റ്റ് വന്നു ഇൻസൈഡ് നമ്മുടെ തന്നെ ഇൻസൈഡില് കോൺഫ്ലിക്റ്റ് വന്നു കോൺഷ്യസും അൺകോൺഷ്യസ് മൈൻഡിലും ആയിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് രൂപപ്പെട്ടിട്ടുണ്ട് then next one person centred തെറാപ്പിയാണ് വന്നിരിക്കുന്നത് കേട്ടോ കാൾ ആണ് person centred therapy person centred തെറാപ്പിയില് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും എമ്പതിയുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നോക്കിക്കേ പേഴ്സൺ സെന്റേഡ് തെറാപ്പി ആദ്യം കാൾ റോസറിനെയാണ് അപ്പൊ കാൾ റോസർ എന്താണ് പറഞ്ഞെന്നുള്ളത് നോക്കുക ഒരു വ്യക്തിക്ക് പേഴ്സൺ സെന്റേഡ് തെറാപ്പി കൊടുക്കുമ്പോൾ ആ വ്യക്തി റിയൽ എന്താണ് ആയിരിക്കുന്നതെന്നും ഐഡിൽ ആൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് എന്നാണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ളത് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ തെറാപ്പി വരുന്നത് ആളുടെ തെറാപ്പി അങ്ങനെ തന്നെയാണ് ക്യാരക്ടറിസ്റ്റൈസ് കൊടുത്തിട്ടുണ്ട് communicate unconditional positive regard empathy empathy എന്ന് പറയുമ്പം ഏതൊരു വ്യക്തിയാണോ കൗൺസിലറുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ ഫീലിങ്സ് ആ വ്യക്തി അനു എന്താ മലയാളത്തിൽ പറയുക ആ വ്യക്തി ഓരോ വ്യക്തിയും അവരായിരിക്കുന്നത് പോലെ കാണാൻ ശ്രമിക്കുക ഞാനൊക്കെ ഡിഗ്രിക്ക് സൈക്കോളജി പഠിക്കുമ്പോൾ എന്നെ കൊണ്ട് ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന സാധനമാണിത് ഒരു വ്യക്തി ഏതൊരു വ്യക്തിയാണോ മുമ്പിൽ വന്നിരിക്കുന്നത് ആ വ്യക്തിയെ ആ വ്യക്തി ആയിരിക്കുന്നത് പോലെ കാണാൻ പരിശ്രമിക്കുക അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് മനസ്സിലായോ മനസ്സിലായി മാം ഇതെന്നെ കൊണ്ട് ഒരുപാട് കേട്ടോ ഒരു വ്യക്തി ആയിരിക്കുന്നത് അവരായിരിക്കുന്നത് പോലെ കാണാൻ ശ്രമിക്കുക നീ ആയിരിക്കുന്നത് പോലെ കാണരുത് നിന്റെ കൾച്ചറും നിന്റെ സോഷ്യൽ സ്റ്റാറ്റസും അല്ലെങ്കിൽ അതൊന്നുമല്ല നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തി അവരെന്താണോ അവരായിരിക്കുന്നത് പോലെ കാണുക അതിനാണ് എമ്പതി എന്ന് പറയുന്നത് കിട്ടുന്നുണ്ടോ ആ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ മീൻസ് അവരുടെ എക്സ്പീരിയൻസിലൂടെയും അവരുടെ മാനേഴ്സിലൂടെയും നമ്മൾ കണ്ടിട്ട് അവരെ നമ്മൾ അങ്ങോട്ട് ഒരു അവരുടെ ആ റോളിലേക്ക് കണ്ടോ അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ജെന്യൂനസ് ആണ് being oneself rather than playing a role of say therapist friend parent or teacher ആ രീതിയിൽ അവരെ അത്ര നല്ല രീതിയിൽ ദാറ്റ് മീൻസ് മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തി ഒരാളെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും അവരെ എന്താണ് അവര് നമ്മുടെ അടുത്ത് എന്തിനാ വന്നത് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവരെ അവരായിരിക്കുന്നത് പോലെ കണ്ട് അവരെ അവരിൽ ആശ്വാസം കൊടുത്ത് മാറ്റണം എന്നുള്ളതാണ് പേഴ്സൺ സെന്റർ തെറാപ്പിയിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും ഡൗട്ട് ഈ therapy centre therapy to what kind of മനസ്സിലായില്ലേ അത് മാം ഇങ്ങനത്തെ തെറാപ്പി നമ്മൾ ഏതൊരു സിറ്റുവേഷനിലായിരിക്കും ഉപയോഗിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് വരുമ്പോഴുണ്ട് മോളെ പേഴ്സണൽ സെന്റേഡ് തെറാപ്പി വരുന്നുണ്ട് ഒരു വ്യക്തിയെ അവരുടെ പ്രോബ്ലംസുമായിട്ട് ഇപ്പൊ ആ റിയൽ സെൽഫും ആ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ അവരെന്താണ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ഇപ്പൊ ഫാമിലി ഇത് എവിടെ വേണേലും വരാം കേട്ടോ വീട്ടില് വഴക്കുണ്ടായി ഒരു സിറ്റുവേഷനില് ഞാൻ എല്ലാത്തിനും ഞാൻ തന്നെ ആവാം ക്ലൈൻറ്റ് ഞാനും എൻ്റെ അമ്മായിമ്മയും തമ്മിൽ ഭയങ്കര അടി അമ്മ മരിച്ചു പോയി കേട്ടോ <laughs> ഭയങ്കര അടിയെ അപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അറിയാതെ ഞാൻ ഒരെണ്ണം അങ്ങ് കൊടുത്തു മനസ്സിലായോ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അറിയാതെ അങ്ങ് ചെയ്തു പോയി അപ്പൊ എന്തായി ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിൽ വ്യത്യാസം വന്നില്ലേ അപ്പൊ എന്റെ അടുത്ത് ഇനി ഇനി ഞാൻ കൗൺസിലർ ആവേ എന്നിട്ട് എന്റെ അടുത്ത് വരുവാണ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്താ പറയുന്നത് തെറ്റ് പറ്റിപ്പോയി സാരമില്ല ഇനി ഒരിക്കലും അങ്ങനെ ആവാതെ നോക്കുക ചെയ്തു പോയതിന് ആ ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്തത് വലിയ കുറ്റമായി പോയി എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തേ മോളെ നീ ആ സിറ്റുവേഷനിൽ നിന്നിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ് നീ ഒരിക്കലും അത് ആ സിറ്റുവേഷനിലാണ് ചെയ്തത് ഇപ്പൊ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി അത്ര മതി ഇനി ഇത് ഏത് നമുക്ക് ഇങ്ങനെ ഒരു തെറാപ്പി ഇന്നതിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പർട്ടിക്കുലർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല മോളെ ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുമ്പോൾ ഇതിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കേട്ടോ അല്ലാതെ നമുക്ക് ഒരു തെറാപ്പിയും ഇത് ഇതിനു വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയാൻ അങ്ങനെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാട്ടോ ഓക്കെ ദെൻ ബിഹേവിയറൽ അപ്രോച്ച് അടുത്ത അപ്രോച്ച് വന്നിട്ട് ബിഹേവിയറിസ്റ്റ് കുറേ അധികം പേരുണ്ടല്ലോ പാവ്ലോവ് സ്കിന്നർ തോണ്ടേക്ക് അല്ലെ പഠിച്ചായിരുന്നോ കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഇവരുടെയൊക്കെ തിയറി യെസ് മാം പഠിച്ചിരുന്നു ഇവരെല്ലാം ബിഹേവിയറിസ്റ്റുകളാണ് തിയറി മാത്രം പഠിച്ചിട്ടുണ്ടാവും അല്ലെ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നറിയോ ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കാലേന്ന് കമ്പി എടുത്തിട്ട് കാലൊക്കെ നീട്ടി വെച്ചാട്ടോ ഇരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് അവിടെ നടക്കേണ്ടത് മുഴുവൻ നമ്മളൊരു ആളുടെ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് കുറച്ച് പഴയതാണെങ്കിലും ഇത് കണ്ടില്ലേ സ്കിന്നറൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ തൊണ്ണൂറ് വരെയുള്ള ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഇന്നും നടക്കുന്നുണ്ട് അപ്പൊ ജെ ബി വാട്സൺ പറഞ്ഞതൊക്കെ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം നിങ്ങൾ എന്റെ കയ്യിൽ ആ ഒരു എക്സാമ്പിൾ അറിയത്തില്ല ജെ ബി വാട്സന്റെ അറിയോ ജെ ബി വാട്സൺ ബാക്കി എല്ലാരും ആനിമൽസിൽ ചെയ്തപ്പം ജെ ബി വാട്സൺ കുട്ടിയിലാണ് ചെയ്തത് ആൽബർട്ട് എന്ന കൊച്ചിലാണ് ചെയ്തത് ആളുടെ തന്നെ കുട്ടിയാണെന്നാണ് എന്റെ അറിവ് പതിനൊന്ന് മാസമായ കുട്ടിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത് ബാക്കി എക്സ്പെരിമെന്റ് ഒക്കെ അറിയാന്നുള്ള രീതിയിലാണ് ഞാൻ വിട്ടുപോകുന്നത് ഈ എക്സ്പെരിമെന്റില് ആള് പതിനൊന്ന് മാസമായ കുട്ടി ഒരു മുയലിന്റെ കൂടെ വെള്ള രോമമുള്ള ഒരു മുയലിന്റെ കൂടെ ഈ കൊച്ച് എല്ലാ ദിവസവും കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വൈറ്റ് മൗസ് ആയിരുന്നു അതോ മുയലായിരുന്നു മൊയലോ മൗസോ എന്തോ ആട്ടെ മോളെ എങ്ങനെയാണെങ്കിലും വൈറ്റ് അതിനാണ് ഇമ്പോർട്ടൻസ് വൈറ്റ് ഫർ എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ മൗസ് എന്ന് പറയുന്നവരും ഉണ്ട് റാബിറ്റ് എന്ന് പറയുന്നവരും ഉണ്ട് റാബിറ്റ് എന്നാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത് എന്റെ ഓർമ്മയിൽ റാബിറ്റ് ആണ് ആ എന്തേലും ആട്ടെ വെളുത്ത അതിനാണ് ഏറ്റവും കൂടുതൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അപ്പം ഇതിന് ഇതിന്റെ കൂടെ കളിക്കുന്നത് കണ്ടിട്ട് ഈ വാട്സൺ എന്ത് ചെയ്തു പിന്നീട് വാട്സൺ ഈ ഈ ഒരു ഇത് മുയൽ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര സ്വരം പുറപ്പെടുവിക്കും അപ്പൊ ഈ കുട്ടി സ്വരം കേൾക്കുമ്പം പേടിക്കാൻ തുടങ്ങി അങ്ങനെ ഈ കുട്ടിക്ക് വെളുത്ത ദാറ്റ് മീൻസ് വെളുത്ത ഈ രോമമുള്ള എല്ലാത്തിനെയും പേടിയായി തുടങ്ങി മുയലിനെ മാത്രല്ല ഫസ്റ്റ് സ്റ്റേജ് ഈ ഒരു മുയലിനോടായി ദെൻ സെക്കൻഡ് സ്റ്റേജില് വൈറ്റ് കളറിലെ എല്ലാ അതിനോടും പേടി തോന്നി മൂന്നാമത്തെ സ്റ്റേജിലെത്തിയപ്പം എവിടെ എത്തി ഈവൻ സാന്താക്ലോസ് അപ്പൂപ്പനെ പോലും പേടിയാണ് എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു കുട്ടിയെ തരിക ഞാൻ ആ കൊച്ചിനെ എന്താക്കി എടുക്കാം യെസ് ഒരു ആക്കാം പോലീസുകാരനാക്കാം ഡോക്ടറാക്കാം എഞ്ചിനീയർ ആക്കാം അങ്ങനെ ഏത് രീതിയിലും ആക്കിയെടുക്കാം എന്നൊരു തിയറിയാണ് അദ്ദേഹം പറയുന്നത് ബിഹേവിയറിസത്തിലെ ജെ ബി വാട്സൺ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് കൊടുത്തിട്ടുണ്ട് the father of behaviourism J B Watson American psychologist കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഇത് മുഴുവനും ബിഹേവിയറിസം മുഴുവനും ലേണിംഗ് തിയറിയിലേക്കാണ് പോയിരിക്കുന്നത് നമ്മൾ ഇച്ചിരി മുമ്പ് സിഗ്മൺ ഫ്രോയിഡിനെ കണ്ടിരുന്നു സിഗ്മൺ ഫ്രോയിഡിന്റെ പോയിരിക്കുന്നത് പേഴ്സണാലിറ്റിയിലേക്കും അതേപോലെ തന്നെ ഒരു മനുഷ്യ മെന്റൽ ഡിസോർഡറിലേക്ക് എന്ന് പറയാം നമുക്ക് മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് നെഗറ്റീവ് വശം എന്ന് പറയുന്നതാണല്ലോ മെന്റൽ ഡിസോർഡേഴ്സ് അപ്പൊ സിഗ്മൺ ഫ്രോയിഡിന്റെ തിയറി പോയിട്ട് പേഴ്സണാലിറ്റിയിലേക്കും അതിൽ നിന്ന് മെന്റൽ ഡിസോർഡറും ആ കാര്യങ്ങളിലേക്ക് ഡിഫൻസ് മെക്കാനിസത്തിലേക്കും അൻസൈറ്റിയിലേക്കും പോയി ഇവിടെ ബിഹേവിയറൽ അപ്രോച്ചസ് വന്നിട്ട് അത് മുഴുവനും ലേണിംഗ് തിയറിയിലേക്ക് മാറുകയാണ് ചെയ്തത് ബിഹേവിയറിസത്തിലെ അതിനകത്ത് എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ വേഗം പോകാൻ പറ്റിയല്ലോ ആ ഇനി classic conditioning role of classical conditioning പറയുന്നുണ്ട് ഇവാൻ പാവ്ലോവിൻ്റെത് ഒന്ന് നോക്കിക്കോളൂ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ഒന്ന് മാറ്റി പിടിക്കാം നമ്മൾ കുട്ടികളെ ഭക്ഷണം കൊടുക്കുമ്പം എന്ത് പറയും എനിക്കറിയില്ല സിറ്റിയിലൊക്കെ പുറത്തോട്ട് ഇത് പോയായിരുന്നു വൈഫൈ പോയായിരുന്നു കറണ്ട് പോയതാ എവിടെ എത്തിയായിരുന്നു നമ്മൾ പാവലോന്റെ ഒക്കെ അല്ലെ കണ്ടീഷൻ ആൻഡ് അൺകണ്ടീഷനിൽ അല്ലേ അറിയാൻ അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് അറിയോ നിങ്ങൾക്ക് മാം ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് മാം പോയത് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങില് ആ ഞാൻ പറഞ്ഞില്ലേ കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴേ നമ്മൾ കണ്ടി നമ്മൾ അറിയാതെ നമ്മൾ ചില കണ്ടീഷൻസ് കിട്ടുന്നുണ്ട് എന്തിനാന്ന് ആ തിയറി നിങ്ങൾക്ക് അറിയാലോ അല്ലെ ബെല്ലടിക്കുന്നതും യെസ് മാം അതറിയാം അതറിയാം ഓക്കെ ഇതേപോലെ നമുക്ക് കുട്ടികളെ പേടിപ്പിക്കുന്നുണ്ട് ചില സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താ പറയാ എന്തൊക്കെയോ പറഞ്ഞ അമ്മമാര് പേടിപ്പിക്കും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് അത് എവിടെയിലേക്ക് പോകുന്നറിയാവോ അവിടെ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് നടക്കുന്നുണ്ട് അവിടെയാണ് വന്നിട്ട് person may develop phobia for കണ്ടോ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കണ്ടോ അവിടെ ഒരു ഫോബിയ വരുന്നുണ്ട് ഇല്ലേ ചെറുപ്പത്തിലേ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കുകയാണ് ഈവൻ ആ ഞാൻ ആ ഡിഫൻസ് മെക്കാനിസം പറയുമ്പോൾ മറന്നുപോയതാണ് ഓപ്പോസിഷണൽ ഡെഫിഷ്യന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരെണ്ണം നിങ്ങളുടെ അതിനകത്ത് വന്നായിരുന്നേ ഏതാണെന്നറിയാമോ ശ്മശാനത്തിൽ കൂടെ പോകുമ്പോൾ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് ബിഹേവിയർ കാണിക്കുന്ന ചില സമയത്ത് അതേപോലെ ഇവിടെയും എന്താണ് നമ്മൾ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അവിടെ കുറെ കണ്ടീഷൻഡ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവിടെ ഒരു ഡെവലപ്പിംഗ് ഫോബിയ വരികയാണ് അറിയാതൊരു ഫോബിയ വരികയാണ് കിട്ടുന്നുണ്ടോ പറയുന്നേ ആ ആ ഒരു സ്റ്റിമുലസ് ചില സമയത്ത് എന്തായിട്ട് നിൽക്കുകയാണ് ഇനി ഇനി ഇത് തന്നെ ഈ ഫോബിയ കണ്ടീഷനിൽ വരുന്നത് വീട്ടില് പേരൻസ് തമ്മിൽ വഴക്കുണ്ടെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് വരാറുണ്ട് ചിലപ്പോഴും ഫോബിയ ഫോബിയ വരാറുണ്ട് പി ടി എസ് ഡി വരാറുണ്ട് അപ്പൊ അതൊക്കെ ഒരു കണ്ടീഷൻഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത് അവിടെ അപ്പൊ കണ്ടീഷൻഡ് ആയിട്ട് ആദ്യം വന്നു പിന്നീട് അടുത്തത് അൺകണ്ടീഷൻഡ് ആയിട്ട് വരാൻ തുടങ്ങുന്നു കണ്ടീഷൻ സ്റ്റിമുലസും കണ്ടീഷൻ റെസ്പോൺസും ആയിരുന്നു ആദ്യം എന്ത് എന്ത് ചെയ്തപ്പം കുട്ടിക്ക് ഭക്ഷണം കൊടുത്തപ്പം അതൊരു കണ്ടീഷൻഡ് ആയിരുന്നു ഓ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ഭക്ഷണം കൊടുത്തു പിന്നീട് അത് സാവകാശം അത് അൺകണ്ടീഷണൽ സ്റ്റിമുലസും അൺകണ്ടീഷണൽ ആയിട്ട് വരികയാണ് അവിടെ എന്തായിട്ട് വന്നു ഈ അൺകണ്ടീഷണൽ റെസ്പോൺസ് ഫോബിയ ആയിട്ട് വന്നു അതവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് പോകുന്നില്ല അത് പിന്നീട് കിട്ടുന്നുണ്ടോ പറഞ്ഞേ ആ ഇതിനകത്ത് ലിറ്റിൽ ആൽബർട്ടിന്റെ കഥ പറയുന്നുണ്ട് കേട്ടോ അയ്യോ അത് പോയി then role of classical conditioning കേട്ടോ അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഇല്ല ഞാൻ പറഞ്ഞ പോലെ അല്ലെന്ന് മാത്രം അൺകണ്ടീഷൻഡ് റെസ്പോൺസും then role of operant conditioning operant conditioning അറിയാലോ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് അതിനകത്ത് റീഎൻഫോഴ്സ്മെന്റ് കൂടെ കൊടുക്കുകയാണ് ഈ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തന്നെ നോക്കുക കരഞ്ഞു കഴിയുമ്പോൾ കൊച്ചിനെ എടുക്കുകയാണ് അപ്പൊ കൊച്ചിനറിയാം കരഞ്ഞു കഴി കരഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നു അവിടെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കിട്ടിയോ അത് പിന്നീട് അവിടെ നിൽക്കുകയാണ് ആ എന്ത് കാര്യങ്ങളും ജീവിതത്തിൽ ആ ഇങ്ങനെ പേരൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വരുന്നു അത് പിന്നീട് അങ്ങ് വളർന്നു വളർന്നു വരും ഇനി പനിഷ്മെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ പനിഷ്മെന്റ് വന്നിട്ട് ഏതിലേക്ക് പോകും ഡിപ്രഷനും സോഷ്യൽ ഐസൊലേഷനിലേക്കും ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസിലേക്ക് പോവേ നെഗറ്റീവ് ബിഹേവിയർ അവർ വന്നിട്ട് അത് തന്നെയാണ് ആ റീഫോഴ്സ്മെന്റ് ആണ് വന്നിട്ട് പിന്നെ മാറി വരുന്നത് എൻവയോൺമെന്റിനനുസരിച്ച് അവരുടെ ആ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അവരങ്ങനെ അങ്ങനെ കാര്യം സാധിച്ചെടുക്കുന്നവർക്ക് ഒരു പ്രാവശ്യം കാര്യം സാധിക്കാതെ വന്നു കഴിയുമ്പോൾ അത് എങ്ങോട്ട് പോകുന്നു ഡിപ്രഷനിലേക്ക് പോകുന്നു നമുക്ക് നമ്മൾ പറയാറുണ്ടല്ലോ ചോദിക്കുന്ന എല്ലാം കൊടുത്തു പത്താം ക്ലാസ് എത്തിയപ്പം ബൈക്ക് ചോദിച്ചു കൊടുത്തില്ല ഡിപ്രഷനിലേക്ക് പോയി സോഷ്യൽ ഐസൊലേഷനിലേക്ക് പോയി സൂയിസൈഡിലേക്ക് പോയി ശരിയല്ലേ കിട്ടുന്നുണ്ട് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാൽ ദെൻ അപ്പോ ഈ ബിഹേവിയർ മോഡിഫിക്കേഷനും റീഎൻഫോഴ്സ്മെന്റും ഒക്കെ എവിടെ വരുന്നുണ്ട് ലേണിംഗ് തിയറിയിൽ മാത്രമല്ല നമ്മുടെ സൈക്കോപാത്തോളജിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി സോഷ്യൽ കോഗ്നേറ്റീവ് തിയറി നമ്മൾ ആൽബർട്ട് ബന്ദൂരയുടെ പഠിച്ചു ഞാൻ ക്ലാസ്സിൽ ഇട്ടിരുന്നു ആൽബർട്ട് ബന്ദൂരയുടെ തിയറി അല്ലേ ഓർക്കുന്നുണ്ടോ നമ്മൾ നമ്മൾ പഠിച്ചതാണ് ആൽബർട്ട് ബന്ദൂര എന്താണ് ഒരു ബുക്കിന്റെ പകുതിയായിട്ടുള്ള അല്ലേ ആൽബം പകുതി പോയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളു അല്ലെ ആൽബർട്ട് ബന്ധൂരെ എന്താണ് പറഞ്ഞെന്നുള്ളത് അറിയാം സൊസൈറ്റിയിൽ നിന്ന് കുട്ടികൾ ആൽബർട്ട് ബന്ധൂരെ മാത്രമല്ല വേറെ കുറെ പേര് കൂടി ഉണ്ടായിരുന്നു ആൽബർട്ട് ബന്ധൂരയുടെ കൂടെ അതെ ജൂലിയൻ ബി റോട്ടർ റോട്ടറുടെ ഓർക്കുന്നുണ്ടോ റോട്ടർ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ locus of control locus of control ആ okay social locus of control ആ locus of control social community തിയറിയുമായിട്ട് പോകുന്നവരാണ് അപ്പൊ ഇവരൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ ലേണിംഗും സോഷ്യൽ കോഗ്നറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ സൊസൈറ്റിയിൽ നിന്ന് ഇമിറ്റേഷൻ ആൻഡ് ഒബ്സർവേഷനിലൂടെ അവർ പോകുന്നു എന്നുള്ളതാണ് അവർ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ കുട്ടി ഒന്നും ചിന്തിക്കുന്നില്ല ഒക്കെ അങ്ങനെ തന്നെ പോവാണ് ആദ്യത്തെ ആ ഒരു എക്സ്പെരിമെന്റിൽ അവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒന്നും വരുന്നില്ല ആദ്യത്തെ എക്സ്പെരിമെന്റിൽ രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ ഇദ്ദേഹം പറയുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൂടെ വെച്ചു അതായത് ആ ബൊബോഡോളിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആള് ആദ്യത്തെ ഒരു എക്സ്പെരിമെന്റ് ഒരു ലൈവ് പേഴ്സണെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചത് കുട്ടികൾ എത്രമാത്രം ചെയ്യുന്നുണ്ടെന്ന് രണ്ടാമത്തേതിനകത്ത് ആള് വന്നപ്പം മൂന്ന് വീഡിയോയാണ് കാണിച്ചത് മൂന്ന് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോ വീഡിയോ മാത്രം കാണിച്ചു രണ്ടാമത്തേതിൽ ഒരു അഡൾട്ടിനെ നിർത്തിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ആ അഡൽട്ടിന് റീഇൻഫോഴ്സ്മെന്റ് കൂടെ കൊടുക്കുന്നുണ്ട് ബന്ധുരടയിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട് ദാറ്റ് മീൻസ് തെറ്റ് ചെയ്ത് ശരിയാണ് എന്നുള്ളത് അപ്പൊ അവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയി അവിടെ അതായത് നമ്മൾ കുട്ടികൾ അറിയുമ്പോൾ ഒരു സാധനം കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയി മൂന്നാമത്തേതിനകത്ത് പക്ഷെ ഈ ബോബോ ഡോളിനെ ഉപദ്രവിക്കുന്ന വ്യക്തിയോട് എന്ത് പറയുന്നുണ്ട് ഇനി നീ ഉപദ്രവിച്ചാൽ നിനക്ക് പനിഷ്മെന്റ് ഉണ്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയുന്നുണ്ട് അവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൂടെ കൂടി അപ്പം അവിടെ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം കുട്ടികൾക്കായി ഇനി ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അപ്പൊ അത്രയുമാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ വന്നിരിക്കുന്നത് അതായത് നിരീക്ഷണവും അനുകരണവുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ തിയറി ഓഫ് ലേണിംഗ് ലേണിംഗോട് പറയുന്നുണ്ട് സോഷ്യൽ ലേണിംഗ് തിയറിയെ അപ്പൊ അവിടെ ഒരു മോഡലിംഗ് നടക്കുന്നുണ്ട് ഒരു മോഡലിംഗ് ദാറ്റ് മീൻസ് ഒരു മോഡലിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് സമൂഹ ജീവിതത്തിൽ നമുക്കിപ്പോ ടി വിയിലാണേലും എവിടെയാണേലും ഒരു മോഡൽ ഉണ്ടാവും ആ മോഡലിനെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയാണ് അതിനകത്ത് വരുന്ന എന്തോ അതിനെ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുന്നു അത് ശ്രദ്ധിക്കുന്നു വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ അത് റീറ്റൻഷൻ ആയിട്ട് നിലനിർത്തുകയാണ് നമ്മുടെ തലയിൽ ദെൻ അതേപോലെ പ്രവർത്തിക്കാൻ നമുക്കും തോന്നുവാണ് അത് തോന്നുമ്പോൾ ആരെങ്കിലും എന്ത് ചെയ്യുന്നു അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ എനർജി തന്നാൽ പോസിറ്റീവ് മോട്ടിവേഷൻ തന്നാൽ നമ്മൾ അത് വീണ്ടും ആവർത്തിക്കുന്നു നെഗറ്റീവായിട്ട് തന്നു കഴിഞ്ഞാലാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ വന്നു സോഷ്യൽ കോഗ്നറ്റീവ് തിയറി വന്നിട്ട് കണ്ടോ believe that people have an impact on the environment just as the environment has an impact on എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് കോഗ്നറ്റീവും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ സോഷ്യൽ കോഗ്നറ്റീവ് തിയറിയിൽ ആൽബർട്ട് ബന്ദൂരിയുടെ വരുന്നത് എന്തൊക്കെയാണെന്നറിയാവോ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നു എവിടുന്ന് സൊസൈറ്റിയോട് ഒരു വ്യക്തി ചേർന്ന് കഴിയുമ്പം അവന്റെ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടക്കുന്നു സോഷ്യൽ കോഗ്നേറ്റീവ് തിയറിയിൽ മെന്റൽ പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഒബ്സർവേഷനും ഇമിറ്റേഷനും ജസ്റ്റ് ക്ലാസിക്കൽ കണ്ടീഷനും കൂടെ കൂടി ഇവിടെ വന്നിട്ട് മെന്റൽ പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട് കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കും ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട് അവിടെ കോഗ്നേറ്റീവ് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് സോഷ്യൽ കോഗ്നേറ്റീവ് ആകുമ്പോൾ സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സൊസൈറ്റി നമ്മളെ നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ തരുന്നുണ്ട് സെൽഫ് കോൺഫിഡൻസ് തരുന്നുണ്ട് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് നടത്തുന്നുണ്ട് ദെൻ പിന്നെന്താ തരുന്നത് കോമ്പറ്റേറ്റീവ് മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മളെ മറ്റൊരു രീതിയിലേക്ക് സോഷ്യൽ കോഗ്നറ്റീവ് കൊണ്ടുപോകുന്നു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ എവിടം വരെ എത്തി നിന്നായിരുന്നു ക്ലാസിക്കൽ കണ്ടീഷനിങ് വരെ എത്തി നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ അടുത്തത് കോഗ്നറ്റീവിലേക്ക് പോയി കോഗ്നറ്റീവ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക നമ്മളോടെ ചിന്തിക്കുന്നുണ്ട് അവിടെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചത് അപ്പാടെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയല്ല അനുകരിക്കുകയല്ല ചെയ്യുന്നത് ഓക്കെ ഒരു ഡിഫറൻസ് വന്നു കോഗ്നറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും ചിന്തിക്കണം കോഗ്നറ്റീവ് ഒരു ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇതാണ് കോഗ്നറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് ക്രിസ്ത്യൻസ് പറയല്ലേ അതേപോലെ കോഗ്നിറ്റീവ് അഫക്റ്റീവ് സൈക്കോമോട്ടോർ കിട്ടിയോ എന്നെ കാണുന്നുണ്ടോ അഫക്റ്റീവ് സൈക്കോമോട്ടോ സൈക്കോമോട്ടോ എന്ന് പറയുമ്പോൾ കൈ കാലൊക്കെ ഇട്ട് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കണം എന്നാലേ ഓർത്തിരിക്കുള്ളൂ കോഗ്നറ്റീവ് കോഗ്നറ്റീവിൽ എപ്പോഴും ബുദ്ധിയും അത് നമ്മുടെ എല്ലാം അതിനകത്തോട്ട് വരുന്നുണ്ട് മെമ്മറി എല്ലാം അതൊക്കെ കൊഗ്നറ്റീവ് ലെവലിലാണല്ലോ പോകുന്നത് അപ്പൊ അതും കൂടി ഇവിടെ കൂടി വന്നിട്ടുണ്ട് അപ്പൊ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നമ്മളോട് അത് പറഞ്ഞിട്ടില്ല ലേണിംഗ് പറഞ്ഞിട്ടുള്ളൂ അവിടെ കോഗ്നേറ്റീവ് വന്നിട്ടില്ല രണ്ടാമത്തേനകത്ത് കോഗ്നേറ്റീവ് ലേണിംഗ് ആണ് വന്നിരിക്കുന്നത് കോഗ്നേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളോട് നമ്മുടെ thinking divergent thinking memory sensation എല്ലാം വന്നു അതിനകത്ത് കേട്ടോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അപ്പൊ ഒരു ഓക്കെ ആയെന്ന് മാം ഒരു ഡൗട്ടും കൂടി ഉണ്ട് മാം പറഞ്ഞു നമ്മുടെ ലോക്കസ് ഓഫ് കൺട്രോളും സോഷ്യൽ ലേണിംഗ് തിയറിയും തമ്മിൽ എന്താണ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു വെച്ചത് ശരിയെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നല്ലേ ഒരു മിനിറ്റ് പറയാട്ടോ ഞാൻ എനിക്ക് ചിന്തിക്കാനുള്ള സമയത്താ ലോക്കസ് ഓഫ് കൺട്രോള് കോഗ്നറ്റീവ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ കാരണം ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ആണ് നമ്മൾ പറയുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു നമ്മൾ ഇനി അതിനൊന്ന് നമ്മൾ നമ്മൾ എല്ലായിടത്തും നമ്മുടെ ബുദ്ധിയും കൂടെ ഉപയോഗിക്കണം കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് മാത്രം പഠിക്കാൻ നിൽക്കരുത് നമുക്കുണ്ടൊരു ബുദ്ധി ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എവിടുന്നാ നമുക്ക് വരുന്നത് നമ്മുടെ പാരമ്പര്യവും ഹെറിഡറിയും കുറച്ച് നമ്മളെ ബാധിക്കുന്നുണ്ട് ഇല്ലേ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോള് ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉണ്ട് നമ്മൾ കുറച്ച് ചിന്തി ആ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എവിടുന്ന് ഇതൊക്കെ വന്നു ഇന്റേണലും എക്സ്റ്റേണലും ഞാൻ എന്റെ കഴിവുകൊണ്ട് വീട്ടിലുള്ളവർ പറയും അവനവൻ തന്നെ നമ്മുടെ കുട്ടികളെ സെൽ സെൽഫ് ഡിപ്പെൻഡ് ആയിട്ട് വളർത്തും നിങ്ങൾ ഇങ്ങനെ വളർന്നാൽ മതി ഇതെല്ലാം നീ ചെയ്തതിന്റെ പല നീ അനുഭവിക്കുക നീ പഠിക്കുക ചെയ്യുക അപ്പൊ അവിടെ എന്താ വരുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി സ്പൂൺ ഫീഡിംഗ് ആണെങ്കിൽ എവിടെയായിട്ട് പോയി എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വന്നു അപ്പൊ ഈ കോഗ്നേറ്റീവ് ലെവലിലേക്ക് ഈ തിയറിയിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ കോഗ്നേറ്റീവ് തിയറിയുമായിട്ട് സ്വയം ചിന്തിച്ച് കോഗ്നേറ്റീവ് തിയറിയിലേക്കും ലേണിംഗ് തിയറിയിലേക്കും ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉണ്ട് ലേണിംഗ് തിയറി ലേണിംഗ് ആണല്ലോ അവിടെ നടക്കുന്നത് അപ്പൊ കോഗ്നറ്റീവ് ലേണിംഗ് നടക്കുന്നുണ്ട് പേഴ്സണാലിറ്റിയും വരുന്നുണ്ട് അതിനകത്ത് ഇതെല്ലാം ഒരു വ്യക്തി തന്നെയാണ് ചെയ്യുന്നത് ഒരു ഈ എല്ലാ തിയറിയും നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഒരു വ്യക്തിയെ തന്നെയാണ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഈ ഒരു വ്യക്തി ഞാനിപ്പോ എന്റെ മകനെ വളർത്തുകയാണ് എല്ലാ എന്റെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ പുറത്തിറങ്ങിയ എല്ലാവരും ബഹുമാനിക്കുന്നു എന്ന് വിചാരിച്ച് നിന്നെ ആരും ബഹുമാനിക്കണമെന്ന് നിർബന്ധമില്ല അത് നിന്റെ പ്രവൃത്തിയുടെ പരമാണ് എന്റെ ഷാഡോയുടെ കീഴെ നിൽക്കാനുള്ള വ്യക്തിയല്ല നീ നീ വേണമെങ്കിൽ നിന്റെ ഐഡന്റിറ്റി ഐഡന്റിറ്റി സ്വയം പോണം അപ്പൊ അവിടെ എന്താ വരുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ് വരുന്നത് അല്ലേ അതെ തിയറി ഞാൻ എനിക്ക് എല്ലാം തിയറി ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന പോലെ പുസ്തകത്തിൽ നോക്കി പറയാൻ അറിയത്തില്ല കേട്ടോ സത്യം പറയാലോ ഒക്കെ ഒക്കെ പ്രാക്ടിക്കലാ മാം ഒരു കാര്യം നമുക്ക് അത് തന്നെയാണ് വേണ്ടത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ് നമുക്കും വേണ്ടത് മാം സോഷ്യൽ ലേണിംഗ് തിയറിൽ മോഡലിംഗും മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേ അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് വരെ ഹാപ്പൻ ചെയ്യുന്നുണ്ട് കോഗ്നേറ്റീവ് പാർട്ടിലുണ്ട് രണ്ടാമത്തെ സിക്സ്റ്റി ത്രീയിൽ ആള് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൂടി ആഡ് ചെയ്തു നയൻറ്റീൻ സിക്സ്റ്റി വണ്ണില് ഇല്ലായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി ത്രീയില് രണ്ട് ഇതുണ്ട് മോളെ രണ്ട് പ്രാവശ്യമായിട്ട് ആളാണ് ചെയ്തത് ആളൊരു പത്ത് വർഷത്തോളം എടുത്തു ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതും കഴിഞ്ഞ് വീണ്ടും പത്ത് വർഷം എടുത്തിട്ടാണ് സോഷ്യൽ കോഗ്നേറ്റീവ് തിയറി വരുന്നത് ഒത്തിരി വർഷങ്ങൾ എടുത്തിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും അല്ല ഇത് വർഷങ്ങൾ എടുത്ത് ഇവര് ഇതിനെ എങ്ങനെ ചെയ്തു വന്നതാണ് കേട്ടോ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷൻ ആഡ് ചെയ്തുകൊണ്ട് മറ്റേതാണെങ്കിൽ കോഗ്നേറ്റീവ് ഫാക്ടേഴ്സും കൂടെ അതായത് മെന്റൽ പ്രോസസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ് സോഷ്യൽ കോഗ്നേറ്റീവ് തിയറി കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോഴേ ചിന്തിച്ചോളൂ ഈ നമ്മുടെ ബ്രെയിൻ മുഴുവനും കോഗ്നേറ്റീവിലേക്ക് പോയി മോളെ നമ്മൾ അങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി എപ്പോഴും എപ്പോഴും നമ്മൾ ഇങ്ങനെ പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാകുകയില്ല കാരണം സൈക്കോളജിയുടെ ബുക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല ഇത് വായിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വട്ടുപിടിക്കും കുറെ കുറെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ബേസിക്കലി പോകുമ്പോൾ നമുക്ക് അറിയത്തില്ലാതെ വരും മനസ്സിലായോ അപ്പൊ നമ്മൾ ചിന്തിക്കുക കോഗ്നേറ്റീവ് കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ മെമ്മറി ഉണ്ട് തിങ്കിങ് ഉണ്ട് ഇതെല്ലാം അതിനകത്ത് വന്നല്ലോ മനസ്സിലായില്ലേ മറ്റേതിനകത്ത് കോഗ്നേറ്റീവ് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല അതിന് മുമ്പിലത്തെ അത് അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് കോഗ്നേറ്റീവിലേക്ക് വന്നത് കിട്ടിയോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബിഹേവ് ഈശ്വര ബിഹേവിയർ മോഡിഫിക്കേഷനെ ഇല്ല കുഴപ്പമില്ല നിങ്ങൾ ബേസിക് പഠിച്ചു പോകും ബിഹേവിയർ മോഡിഫിക്കേഷൻ ഈ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ കുട്ടികളിലോ അല്ലെങ്കിൽ മുതിർന്നവരിലോ ഒക്കെ ഉള്ളതിന് അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് വന്നിട്ട് ഈ ബിഹേവിയർ തെറാപ്പി ആർക്കൊക്കെ വരുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഫോബിയക് ഡിസോർഡർ ഇതൊക്കെ പഠിക്കും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ അടുത്ത ക്ലാസ്സിലോ മറ്റോ O C D generalised anxiety disorder panic disorder ഇതെല്ലാം ആൻസൈറ്റി ഡിസോർഡറിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ സെക്സൽ ഡിവിയേഷനും വന്നിട്ടുണ്ട് കേട്ടോ സോഷ്യൽ സ്കിൽസ് ഡെഫിസിറ്റ് ഇവിടെയൊക്കെ ബിഹേവിയർ മോഡിഫിക്കേഷൻ വരുന്നുണ്ട് ഇതിനുപയോഗിക്കുന്ന ടെക്നിക്കുകളും പറഞ്ഞിട്ടുണ്ട് റിലാക്സേഷൻ തെറാപ്പി അറിയോ എന്തെങ്കിലും ഇല്ല ജേക്കബ്സൺസ് തെറാപ്പി പറഞ്ഞിട്ട് ഇന്റേൺഷിപ്പിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് കൂടുതൽ അറിയില്ല ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയിരുന്നു അല്ലെ ഞാൻ just oh token economy and cognitive behaviour therapy എനിക്ക് തോന്നുന്നു തെറാപ്പിയുടെ ബുക്കിനകത്ത് ഇതെല്ലാം ഉണ്ടാവുമായിരിക്കും എങ്കിലും ജസ്റ്റ് ഞാൻ വേഗം പറഞ്ഞു പോകാം യൂസ് സെന്റർ ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിലാക്സേഷൻ തെറാപ്പിയാണ് റിലാക്സേഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ റിലാക്സേഷൻ ഉണ്ട് ഇനി യോഗ യോഗയുണ്ട് റിലാക്സേഷനിൽ വരുന്നതാണ് യോഗയൊക്കെ യോഗ അറിയാലോ അല്ലെ പ്രാണായാമ ദെൻ മസിൽ റിലാക്സേഷൻ ഓരോ മസിലും ഇത് ഒരു മണിക്കൂർ നേരം എടുക്കേണ്ട ക്ലാസ് എടുത്തിട്ട് എന്നോട് അഞ്ചു മിനിറ്റോട് പറയുക ദെൻ പോട്ടെ അപ്പം എന്ത് റിലാക്സേഷൻ നമ്മൾ കൊടുത്താലും ഒരു വ്യക്തിക്ക് റിലാക്സേഷൻ ആകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഒരു മൂവി കാണാൻ പറഞ്ഞാലും അതും റിലാക്സേഷൻ തെറാപ്പിയാണ് കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇന്നലെ മൂവിക്ക് പോയിന്ന് കാരണം മൂവിക്ക് പോയി എന്ന് പറയാൻ കാരണം ബാക്കി മുഴുവൻ സമയവും എനിക്ക് വർക്കാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നാലും ഞാൻ സൈക്കോളജിക്കൽ മൂവിക്ക് പോകുള്ളൂ കേട്ടോ ത്രില്ലർ ആയിട്ടുള്ളത് അപ്പം ആ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നതിന്റെ പോകുന്നതിന് റിലാ അതാണ് റിലാക്സേഷൻ ഇപ്പൊ കിട്ടിയോ റിലാക്സേഷൻ എന്താന്ന് കിട്ടിയോ ഇനി റിലാക്സേഷൻ തെറാപ്പികൾ കുറെ അധികമുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പേഴ്സണലി പറയാൻ ഞാൻ എന്തൊക്കെ റിലാക്സേഷൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് നേരം ഒരു കുളത്തിന്റെ കരയ്ക്ക് പോയിരിക്കും അവിടെ പോയി വായി നോക്കിയിരിക്കും ആ ഫ്രഷ് എയർ ഒക്കെ കിട്ടിയിട്ട് ആ അപ്പൊ ആ സമയത്ത് ഞാൻ മൊബൈൽ മാറ്റി വെച്ചിട്ടേ പോകുള്ളൂ മൊബൈൽ എടുത്തുകൊണ്ട് പോകുകയില്ല അപ്പൊ എന്താണ് എനിക്ക് അത്രയും സമയം എനിക്ക് വ്യക്തിപരമായിട്ട് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുഴുവൻ സമയം ഞാൻ ഈ നെഗറ്റീവ് മാത്രമാണ് കേൾക്കുന്നത് അപ്പൊ എനിക്ക് റിലാക്സേഷൻ കിട്ടില്ല അപ്പൊ കുറച്ച് നേരം ആ കുളത്തിന്റെ അടുത്ത് പോയിരുന്നു പക്ഷികളോടൊക്കെ ഒന്ന് സംസാരിച്ച് ദെൻ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു മൂവിക്ക് പോകുന്നു ഇതിന്റെ ചില കുറച്ച് നേരം ഹസ്ബൻഡിന്റെ കൂടെ കയ്യെ തൂങ്ങി അതിലേ അങ്ങോട്ട് നടക്കണു അപ്പൊ ഇതൊക്കെ ഇതെല്ലാം റിലാക്സേഷൻ ആണ് കിട്ടിയോ ഇതാണ് ഏറ്റവും പറഞ്ഞുതരാൻ പറ്റും മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മൾ പലർക്കും പലതാവാം റിലാക്സേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇതിൽ കൂടുതൽ റിലാക്സ് ചെയ്യുന്നത് എല്ലാം റിലാക്സേഷൻ ആണ് മോളെ പിന്നെ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന റിലാക്സേഷൻ തെറാപ്പികൾ ഏതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി റിലാക്സേഷൻ കൊടുക്കുന്നു അവർക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നമ്മൾ muscle relaxation plus hypnotherapy കൊടുക്കാറുണ്ട് അതെനിക്ക് ഒരു നിമിഷം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം ദെൻ സിസ്റ്റമാറ്റിക് ഡീസെൻസൈറ്റേഷൻ ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസൈറ്റേഷൻ കൊടുക്കുന്നത് ആർക്കാന്നറിയാവോ ഫോബിയ പിന്നെ അഡിക്ഷൻ ഫോബിയയും അഡിക്ഷനും ഒക്കെ ഉള്ളവർക്കാണ് ഇത് പർട്ടിക്കുലർ ആയിട്ട് പറയാം സിസ്റ്റമാറ്റിക് ഡീസെൻസൈറ്റേഷൻ സിസ്റ്റമാറ്റിക് ഡീസെൻസൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹരിയിൽ നിന്നും മറ്റൊരു ലഹരിയിലേക്ക് ഒരു വ്യക്തിയെ മാറ്റുക ഒരു ഉദാഹരണം പറയാവേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന മൂവിയില് മോഹൻലാൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് എന്താ പറയുന്നറിയാവോ ഭയങ്കര കുടിയനാണ് അതിനകത്ത് അപ്പൊ ആ സമയത്ത് ഈ ആ ഏറ്റവും ലാസ്റ്റ് ആളോട് ചോദിക്കും ഇങ്ങനെ ബോർഡിൽ കാണിച്ചിട്ട് വേണോന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് അതല്ല എന്റെ ലഹരി ആൾ രണ്ടാമത് കല്യാണം കഴിച്ച ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഇതാണ് എന്ന് പറയും അപ്പൊ ഒരു ലഹരി നാളെ ഒരു ലഹരിയിലേക്ക് മാറ്റാൻ പറ്റി അപ്പൊ സിസ്റ്റമാറ്റിക് ഞാൻ ഇതിന് എക്സാമ്പിൾ പറഞ്ഞു തന്നെയുള്ള സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇപ്പം ആൽക്കഹോളിക് ഉള്ള ഒരാളെ അതിൽ നിന്നും നമ്മൾ മാറ്റിയെടുക്കുന്നു ഇനി ഫോബിയ പല്ലിയെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പൊ എന്ത് ചെയ്തു ആദ്യം പല്ലിയുടെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ കൊണ്ടുവന്നു കുറച്ച് ദൂരെ വെച്ച് കാണിച്ചു പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവന്നു പിന്നെ അതിനെ തൊടുവിച്ച് കാണിച്ചു ഇതൊന്നും ചെയ്യല എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ച്വൽ ആയിട്ട് ഒരു പുല്ലിയെ കൊണ്ടുവന്ന് അവിടെ വെച്ചു എന്നിട്ട് അതിനെ കാണിച്ചു തൊട്ട് കാണിച്ചു കൊടുത്തു പിന്നെ ഇവരെ കൊണ്ട് അതിനെ തൊടിയിപ്പിച്ച് നോക്കി ഇനി നായ്ക്കളെ പേടിയുള്ളവരാണെങ്കിൽ അതേപോലെ അതിന് സാവാസിനെ അടുത്ത് കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നു ദെൻ കടലിനെ പേടിയുള്ളവർ ആദ്യം അതിന്റെ തീരത്ത് കൊണ്ടുപോയി നിർത്തി പിന്നെ കുറച്ചടുത്ത് പിന്നെ ഒന്ന് കാല് നനപ്പിച്ച് നോക്കി അങ്ങനെ ആ രീതിയിൽ കിട്ടിയ സിസ്റ്റമാറ്റിക് ഡീസെൻസൈറ്റേഷൻ ആ ഓക്കെ ദെൻ ബയോ ഫീഡ്ബാക്ക് ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മുഴുവനും ഡയറി എഴുതാന്നൊക്കെ നമ്മൾ പറയല്ലേ ആ രീതിയിൽ ഞാൻ എന്തൊക്കെയാണ് നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് ചെയ്യുന്നത് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമ്മൾ കൊടുക്കുന്നത് അബോർഷൻ തെറാപ്പി എന്തീശ്വര ഒരു വ്യക്തിക്ക് ഇതെല്ലാം നിങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ ഇന്റേൺഷിപ്പിന് പോയപ്പം മക്കളെ നിങ്ങൾക്ക് തെറാപ്പിയുടെ ഒരു പേപ്പർ ഇല്ലേ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ അതിനകത്ത് പറയും ഇതെല്ലാം കേട്ടോ അതായിരിക്കും നല്ലത് ദെൻ ഇവാലുവേഷന് അല്ലെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീരില്ല ലേണിംഗ് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞില്ലേ ഇതെല്ലാം തെറാപ്പി ആണോ മക്കളെ വന്നിരിക്കുന്നത് learning perspective have shown model of therapy called behaviour therapy behaviour മോഡിഫിക്കേഷനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ പറഞ്ഞു ഊഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ psychological problems including phobias anxiety ഡിസോർഡറിന് സെക്സൽ ഡിസ്ഫങ്ഷൻ ആൻഡ് ഡിപ്രഷൻ എന്താണെന്നറിയാവോ ബിഹേവിയർ മോഡിഫിക്കേഷൻ അതോടെ പറഞ്ഞു നിർത്താം ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ മാറ്റുന്നത് കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും ആർ സി കൊച്ചിൻ ലെഫ്റ്റ് ചെയ്ത് പോയി അപ്പം ബിഹേവിയർ മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഷേപ്പിംഗ് ദ ബിഹേവിയർ നമ്മൾ പറയും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാലഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മാലഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ മാറ്റണം ബിഹേവിയർ മോഡിഫിക്കേഷനിലൂടെ ഇപ്പം നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് പാവലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടിയോട് രാവിലെ മോൻ ഇത് ചെയ്യുകയാണെങ്കിൽ രാവിലെ ബെഡ്ഷീറ്റ് മടക്കി വെക്കുകയാണെങ്കിൽ അമ്മ കൊച്ചിന് ഫൈവ് സ്റ്റാർ മിഠായി തരുന്നു എന്ന് പറയുന്നു അപ്പൊ അവിടെ എന്താണ് ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തുകയാണ് മോഡിഫൈ ചെയ്യുകയാണ് ബിഹേവിയറിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നോ നമ്മൾ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരാളുടെ ബിഹേവിയറിനെ മാറ്റാൻ പറ്റുന്നു അതിന് നമുക്ക് അത് തെറാപ്പി അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു അതിനെ നമ്മൾ ടെക്നിക്ക് എന്ന് പറയുന്നു ഈ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ടെക്നിക്കുകൾ ഏത് ടെക്നിക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അത് പോസിറ്റീവ് ആയിരിക്കണമെന്നേ ഉള്ളൂ ആ ടെക്നിക്കുകളെയാണ് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറാപ്പിക്ക് വേണ്ടിയിട്ട് കുറെ ടെക്നിക്കുകൾ അപ്പൊ തെറാപ്പി ഉണ്ട് തെറാപ്പിയോടനുബന്ധിച്ച് കുറെ ടെക്നിക്കുകളും യൂസ് ചെയ്യുന്നു